മാം ഗുഡ് മോർണിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ unit one introduction to influential statistics നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിച്ചത് വൺ സീറോ ഫോറിലും വൺ സീറോ ഫൈവിലും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അതിനകത്ത് നമ്മൾ കണ്ടത് statistics of location page number സിക്സ്റ്റീനിലാണ് പറയുന്നത് പേജ് നമ്പർ എടുത്തു വെച്ചോ അപ്പോൾ എളുപ്പമുണ്ടാവും statistics of location statistics of location എന്ന് അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നത് സെൻട്രൽ ടെൻഡൻസി നോക്കാൻ വേണ്ടിയിട്ടുള്ള മീനും മീഡിനും മോഡും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പേഴ്സൻറ്റൈൽസുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ലൊക്കേഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് വന്നിട്ട് quartile deviation standard deviation range then average ഡിവിയേഷനും വേരിയൻസും ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പഠിച്ചത് എന്തിനാ ഓർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇനി അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് കോറിലേഷൻ ഉണ്ടായിരുന്നു product moment correlation Spearman's rank order correlation then Kendall's rank correlation ഈ കോറിലേഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് helps us to understand the relationship between variables variables തമ്മിലുള്ള റിലേഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കോറിലേഷൻ യൂസ് ചെയ്യുന്നത് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പേജ് നമ്പർ സിക്സ്റ്റീനില് ലാസ്റ്റ് പാരഗ്രാഫില് നിങ്ങളോട് പറയുന്നുണ്ട് നോക്കിക്കോളൂ കേട്ടോ these techniques are relevant mainly in uni variable analyse of data that is when there is one variable ഇപ്പൊ നമ്മൾ മുകളിൽ കണ്ടതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഒരു വേരിയബിളേ ഉള്ളായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ യൂണി വേരിയബിൾ ആയിരുന്നു അതിന് നമ്മൾ എന്തുപയോഗിച്ചു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചു ഒരു വേരിയബിൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരേ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ബട്ട് വെൻ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ ക്വസ്റ്റ്യൻ എക്സാമിനുള്ളതാണെന്ന് തോന്നുന്നു when we want to carry out bivariate analysis അതായത് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെർ ആർ ടു വേരിയബിൾസ് എന്നാണ് പറയുന്നത് variables or when we have multiple independent variables രണ്ടോ അതിൽ അധികമോ വേരിയബിൾസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ where we want to study cause and effect relationship രണ്ടോ രണ്ടിൽ കൂടുതലോ വേരിയബിൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പോ ബന്ധവും കാര്യകാരണങ്ങളും നമ്മൾ പഠിക്കണം കോസ് ആൻഡ് എഫക്ട് കാര്യ കാരണങ്ങളും അതിന്റെ ഫലങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യത്തേനകത്ത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുള്ളത് കൊണ്ടാണ് യൂണി വേരിയബിൾ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരൊറ്റ വേരിയബിൾ വെച്ചിട്ടാണ് അതിൽ നമ്മൾ സ്റ്റഡി നടത്തുകയാണ് പക്ഷേ ഇൻഫ്ലുവൻഷ്യൽ വേരിയബിളിൽ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു നോക്കണേ ഇനി concept and meaning of influential statistics നിങ്ങളുടെ ബുക്കിൽ നോക്കിയാണ് ക്ലാസ് എടുക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചാൽ മതി അപ്പം ഞാൻ പറയാവേ റിസർച്ചർ ആരാണോ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനതൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ചെയ്യാൻ പോകുന്നത് organisational citizenship behaviour organisational citizenship ബിഹേവിയറിൽ ജൂനിയറും സീനിയർ മാനേജേഴ്സിന്റെ മൾട്ടിനാഷണൽ കമ്പനിയിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയെന്നാണ് അപ്പം ജൂനിയേഴ്സും ഉണ്ട് സീനിയേഴ്സും ഉണ്ട് രണ്ട് കൂട്ടരും ഉണ്ട് അത് ഒരാളിലൊന്നും അല്ല ചെയ്യുന്നത് researcher selected sample of hundred each അതായത് നൂറ് മാനേജേഴ്സിനെ എടുത്തു അത് ജൂനിയർ മാനേജേഴ്സിനെ എടുത്തു നൂറ് സീനിയർ മാനേജേഴ്സിനെ എടുത്തു എന്നിട്ട് ആ സാമ്പിളിനെ അവര് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത് ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് സ്കെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ നൂറ് പേരില് നൂറ് നൂറ് ഇരുന്നൂറ് പേരുടെ അപ്പൊ അവരിലെ ഈ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് സ്കെയിൽ കൊടുത്തു എന്നിട്ട് അവരുടെ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ബിഹേവിയർ അറിയാൻ വേണ്ടിയിട്ട് ജൂനിയറിന്റെ സീനിയറിന്റെ ഇവരുടെ ഈ ഒരു സ്കെയില് കൊടുത്തിട്ട് അവരിൽ നിന്ന് റിസൾട്ട് വാങ്ങി റിസൾട്ട് വാങ്ങുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും നൂറ് നൂറ് ഇരുന്നൂറ് റിസൾട്ട് കിട്ടും അപ്പം അത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് വന്നിരിക്കുന്നത് കാരണം രണ്ട് കൂട്ടരെ എടുത്തു അപ്പോൾ അവിടെ കമ്പാരിഷൻ വന്നു അപ്പോൾ ഒന്നിൽ കൂടുതലായി നൂറ് നൂറ് ഇരുന്നൂറ് പേര് കൊണ്ട് കമ്പാരിറ്റീവ് സ്റ്റഡിയുമായി അപ്പോൾ ഏത് ഉപയോഗിക്കുന്നു ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ഇനി എക്സാമ്പിൾ ടൂവിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൾക്ക് സ്റ്റഡി ചെയ്യേണ്ടത് study the effectiveness of a new psychotherapy ഒരു പുതിയ സൈക്കോ തെറാപ്പി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എഫക്റ്റീവ്നെസ് എത്രയുണ്ട് എന്ന ആൾക്ക് അറിയണം അപ്പം ആ തെറാപ്പി എ ആണ് ഒരു തെറാപ്പിയുടെ പേര് തെറാപ്പി എ അപ്പോൾ അതിലാള് ചെയ്തിരിക്കുന്നത് on patients diagnosed with depression ആരില ചെയ്യുന്നത് ഡിപ്രഷൻ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഒരു പുതിയ തെറാപ്പി രൂപീകരിച്ചിരിക്കുന്നത് തെറാപ്പി രൂപീകരിച്ചിരിക്കുന്നതിന് തെറാപ്പി എ എന്ന് പേരുണ്ട് എന്നിട്ട് ഈ സൈക്കോളജിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് Beck's depression inventory on a group number fifty അമ്പത് പേരുള്ള ഒരു ഗ്രൂപ്പിൽ ആള് ഈ ബെക്സ് ഡിപ്രഷൻ ഇൻവെന്ററി കൊടുത്തു എന്തിനാണെന്നറിയാവോ ബെക്സ് ഡിപ്രഷൻ ഇൻവെന്ററി കൊടുക്കുന്നത് എത്രമാത്രം ഡിപ്രഷന്റെ സിവിയരിറ്റി ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡിപ്രഷൻ സ്കെയിൽ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഡിപ്രഷൻ സ്കെയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര ദറ്റ് മീൻസ് അതൊരു ഫൈവ് ഫോർ പോയിന്റ് സ്കെയിലാണ് ഫോർ ഫൈവ് ആണ് തോന്നുന്നു സ്കെയില് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അറിയാമെന്നേ വിചാരിക്കുന്നു അതായത് ഒന്ന് മുതൽ പത്ത് വരെയാണ് സ്റ്റെൻസ് സ്കോർ കൊടുത്തിരിക്കുന്നത് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ഈ ഒരു പൂജ്യം രണ്ട് വരെയുള്ളത് ദറ്റ് മീൻസ് അവർ നോർമലാണ് ഡിപ്രഷൻ നോക്കുമ്പോൾ ദെൻ മൂന്ന് നാല് ആണെങ്കിൽ എന്താണ് അവര് ബിലോ ആവറേജിലാണ് വരുന്നത് അപ്പോൾ അവരൊരു മൈൽഡ് ആയിട്ടുള്ള ഉള്ളവരാണ് then next five six moderate depression ഉള്ളവരാണ് സെവൻ എയ്റ്റ് ഹൈ ഡിപ്രഷൻ ഉള്ളവരാണ് nine ten that means extremely ആണ് അവർ സൂയിസൈഡ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈ ബെക്സ് ഡിപ്രഷൻ സ്കെയിൽ വെച്ചിട്ട് ആള് അൻപത് പേരെ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ അമ്പത് പേരെ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കുറേ ആൾക്കാരിൽ നിന്നാണ് ഈ അമ്പത് എണ്ണത്തിന് ഇവർ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ അമ്പത് പേരെ സെലക്ട് ചെയ്തെടുത്ത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു ഡിപ്രഷൻ സ്കെയിൽ വെച്ചിട്ട് അപ്പൊ അവരുടെ റേറ്റും ആൾക്ക് കിട്ടി ഒരാള് റിസർച്ചർ എടുക്കുമ്പോൾ മിക്കവാറും എടുക്കുന്നത് ഹൈ ലെവലും എക്സ്ട്രീം ലെവലുമുള്ള ആൾക്കാരെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു അമ്പത് പേരെ ആള് ഡയഗ്നോസ് ചെയ്ത് ഡിപ്രഷൻ ഉണ്ട് എന്ന് ബെക്സ് ഡിപ്രഷൻ സ്കെയിൽ വെച്ചിട്ട് എടുത്തു എന്നിട്ട് ആൾ എന്ത് ചെയ്തത് which was followed by six months intervention based on തെറാപ്പിയെ ആറ് മാസം ഈ ഒരു പുതിയ തെറാപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു തെറാപ്പി എ അത് അത് അവിടെ അപ്ലൈ ചെയ്തു ആറുമാസം അപ്ലൈ ചെയ്തു അപ്പൊ ആദ്യമേ ടെസ്റ്റ് ചെയ്തിരുന്നു ഇവർക്ക് എത്രമാത്രം സിവിയറിറ്റി ഉണ്ട് എന്നുള്ളത് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ തെറാപ്പി ഇവരിൽ അപ്ലൈ ചെയ്തത് ദെൻ ആഫ്റ്റർ സിക്സ് മന്ത്സ് വീണ്ടും ആൾ എന്ത് ചെയ്തു സെയിം ഇൻവെന്ററി ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലൈസ് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത് അല്ലാത്തതിനെ നമ്മൾ ക്വസ്റ്റ്യനെയർ എന്നാണ് പറയുന്നത് അപ്പം ബെക്സ് ഡിപ്രഷൻ ഇൻവെന്ററിയാണ് അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അപ്പൊ ആ ഒരു ഇൻവെന്ററി കൊടുത്തു ആറു മാസത്തിന് ശേഷം ആറു മാസം ഇവരെ തെറാപ്പിയിൽ ട്രീറ്റ്മെന്റ് നടത്തിയതാണ് അപ്പൊ അതായത് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കേട്ടോ അപ്പൊ രണ്ടാമത്തേത് ചെയ്യുമ്പോൾ പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരിൽ എത്രമാത്രം ഡിപ്രഷൻ കുറഞ്ഞു എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പൊ ഹൈ ലെവലിൽ ഉണ്ടായിരുന്നവര് എവിടെയിലേക്ക് വരണം ഒമ്പത് പത്തില് നിന്നവര് ഒരു രണ്ടിലും മൂന്നിലും ഒക്കെയാണ് വന്നതെങ്കിൽ ഈ തെറാപ്പി എന്താണ് എന്ന് തെളിയിക്കാൻ പറ്റിയ റിസർച്ചറിന് യെസ് ഇത് ഡിപ്രഷന് ഉപയോഗിക്കാൻ പറ്റിയ തെറാപ്പി ആണ് ആറുമാസം കൊണ്ട് ഇവരെ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ മേജർ ഡിപ്രസീവ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഹാലു സൈക്കോട്ടിക് ഡിസോർഡറിലാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഹാലൂസിനേഷനും ഡിലൂഷനും ഒക്കെ ഉള്ളവരാണ് നമ്മൾ ഡിപ്രഷൻ സ്കെയില് എടുത്ത് നോക്കുമ്പോൾ യെസ് അപ്പം ഈ തെറാപ്പിയിലൂടെ ഇവരെ പുറകിലേക്ക് കൊണ്ടുവരാൻ പറ്റി വെൽനെസ് പുറകിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷനിൽ നിന്ന് അതിന്റെ സിവിയറിറ്റിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്ന് തെളിയിച്ചു ഓക്കെ ദെൻ എക്സാമ്പിൾ ത്രീ ഇവിടെയൊക്കെ ഏതാ ഉപയോഗിക്കുന്നത് ഇത് ഇത് തെളിയിച്ചാൽ മാത്രം പോരാ ഇവിടെ ഉപയോഗിക്കേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത് അമ്പത് പേരുണ്ട് ഡിപ്രഷന്റെ സിവിയറിറ്റി റേഞ്ച് ഉണ്ട് അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അവിടെ നിൽക്കുന്നുണ്ട് പോപ്പുലേഷനും ഉണ്ട് ദെൻ ഡിപ്രഷനും ഉണ്ട് അതിന്റെ സിവിയറിറ്റി ലെവലും ഉണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് അനദർ ഗ്രൂപ്പില് another researcher carried out a study on emotional maturity emotional maturity എന്നുള്ള ഒരു സ്കെയിൽ എടുത്തു സ്കെയിൽ എന്ന് പറഞ്ഞാൽ അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇമോഷണൽ മെച്ചൂരിറ്റി എന്നുള്ളത് ദെൻ അതെടുത്തിട്ട് മിഡിൽ ആൻഡ് ലേറ്റ് അഡോളസൻസിൽ അതായത് അഡോ ടോട്ടൽ അഡോളസൻസിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് മിഡിലും ലേറ്റും അങ്ങനെ ആ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നതിൽ എന്ത് ചെയ്തു ആള് ഇമോഷണൽ മെച്ചൂരിറ്റി അളക്കാൻ തുടങ്ങി അത് എത്ര ഗ്രൂപ്പിനെ എടുത്തു data from the three groups ഓരോ ഗ്രൂപ്പിലും ഇരുന്നൂറ് പേര് വെച്ചുണ്ട് മൂന്ന് ഗ്രൂപ്പിനെ എടുത്തു അപ്പൊ അഡോളസൻസ് ഗ്രൂപ്പിനെ ആദ്യം രണ്ടായിട്ട് തരംതിരിച്ചു എന്നിട്ട് മൂന്ന് ഗ്രൂപ്പ് മിഡിലും ലേറ്റും അഡോളസൻസിനെ എടുത്തു അതിനെ വീണ്ടും മൂന്ന് ഗ്രൂപ്പാക്കി അതില് ഇരുന്നൂറ് പേരെ വെച്ചെടുത്തിട്ടാണ് ഇമോഷണൽ മെച്ചൂരിറ്റി സ്കെയില് മാത്രം ഇവരിലെ അല്ല ഇമോഷണൽ മെച്ചൂരിറ്റി ഉണ്ട് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയും കൂടെയാണ് വരുന്നത് ഓക്കെ ഇനി നോക്കിക്കോളൂ അപ്പൊ ഈ മൂന്നെണ്ണം മുകളിൽ കൊടുത്തിട്ടൊക്കെ നമ്മൾ ഏത് ഉപയോഗിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടി ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് രണ്ട് ഗ്രൂപ്പ്സ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ടി ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എക്സാമ്പിൾ ഏതായിരുന്നു ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ നമ്മൾ ജൂനിയർ സീനിയർ മാനേജേഴ്സിൽ കൊടുത്തു അപ്പോൾ അത് രണ്ടെണ്ണം ആയതുകൊണ്ട് അവിടെ നമ്മളോട് ടി ടെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ടി ടെസ്റ്റ് ചെയ്യാം ഈ assumption parametric test not fulfilled അത് ശരിക്കും ആകുന്നില്ല എന്ന് ടി ടെസ്റ്റ് മാത്രം പോരാ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് മാൻ വിത്നി യു ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ രണ്ട് ടെസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ദെൻ രണ്ടാമത്തെ എക്സാമ്പിളിൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ നമ്മളോട് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിം ഗ്രൂപ്പിന്റെ പോസ്റ്റേഴ്സും അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ് പറഞ്ഞിട്ടില്ലല്ലേ ഇൻഫ്ലുവൻഷ്യൽ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നില്ല കാണുന്നില്ല നമ്മുടെ ബുക്കിൽ പക്ഷെ അവിടെയും വൺ വേ അനോവ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ വൺ വേ അനോവ ഉപയോഗിക്കാൻ പറ്റും ദെൻ ടി ടെസ്റ്റ് ഉപയോഗിക്കാം ദെൻ യു ടെസ്റ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ടി ടെസ്റ്റ് ആണ് നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കാറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ ആ ഓക്കെ ടി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടെസ്റ്റ് ടി ടെസ്റ്റ് ഉപയോഗിക്കാം ഓക്കെ നിങ്ങൾ നോക്കണേ ബുക്കിൽ ഞാൻ നോക്കുമ്പോഴേ ദെൻ തേർഡിനകത്ത് അതായത് രണ്ടെണ്ണത്തിനെ നമ്മൾ ഒരേ ഗ്രൂപ്പിനെ വെച്ചപ്പോൾ ടി ടെസ്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു ആദ്യത്തേനകത്തും അതുപോലെ തന്നെയായിരുന്നു അവിടെ നമ്മളോട് ഏതാ പറഞ്ഞ ടി ടെസ്റ്റും പറഞ്ഞു മാൻ വിറ്റ്നിയും പറഞ്ഞു കേട്ടോ മാൻ വിറ്റ്നി യു ടെസ്റ്റും പറഞ്ഞേ ഇനി അടുത്തതിനകത്തെ അടുത്തതിനകത്ത് നമ്മളോട് എന്തായിരുന്നു പറഞ്ഞു ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ച് മൂന്ന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ വൺ വേ അനോവയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒറ്റ വേയിലുള്ള അനോവയാണ് രണ്ട് ആയിട്ടല്ല വൺ വേ അനോവയാണ് പറഞ്ഞിരിക്കുന്നത് വൺ വേ അനോവ പറയാൻ കാരണം ഇത് അഡോളസൻസ് ഗ്രൂപ്പാണ് ഒരേ ഗ്രൂപ്പായിരുന്നു ദെൻ അവരെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് ചെയ്തത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല അതുകൊണ്ടാണ് വൺ വേ അനോവ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ എയ്റ്റീന് നമ്മൾ ഓരോ ഇപ്പൊ ഇപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ ടെസ്റ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴൊന്നുമല്ല നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് ഓരോ ടെസ്റ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം ഈ ടെസ്റ്റ് ഇതിന്റെ എത്ര മാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കാവേ നമ്മൾ കൂടുതലും അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് മുന്നോട്ടുള്ളതിൽ ബെക്ക് ഡിപ്രഷൻസ് ഇൻവെന്ററി എടുത്തിട്ട് നമ്മൾ അമ്പത് അമ്പതിന്റെ ഗ്രൂപ്പ് എടുത്തിട്ട് ഇവർക്ക് നമ്മൾ തെറാപ്പി കൊടുത്തു ഇത്രയെല്ലാം കൊടുത്തു കഴിഞ്ഞു പ്രീ ടെസ്റ്റും ചെയ്തു പോസ്റ്റ് ടെസ്റ്റും ചെയ്തു ഇത്രയും ചെയ്ത് ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ടേബിളിൽ വന്നു കഴിയുമ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്തു നമ്മുടെ ടേബിളിൽ വന്നു കാരണം നമ്മൾ ഡിപ്രഷനുള്ള ആൾക്കാരെ കണ്ടെത്തി ചിലപ്പോൾ നമ്മൾ ഒരു ആയിരം പേരിൽ നിന്നായിരിക്കും അമ്പത് പേരെ സെലക്ട് ചെയ്തെടുത്തത് എന്നിട്ട് ഇനി ഇങ്ങനെ സെലക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചെന്നിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഒരു അമ്പത് പേരെ സെലക്ട് ചെയ്തെടുത്തത് ഈ അമ്പത് പേരിൽ നമ്മൾ ആറുമാസം എന്ത് ചെയ്തു ടൈപ്പ് എ എന്നൊരു പേരിൽ നമ്മൾ തെറാപ്പിയും കൊടുത്തു ഈ ടൈപ്പ് എ തെറാപ്പിയിൽ ചിലപ്പോൾ കുറേ തെറാപ്പികളുണ്ടാവും നമ്മളത് കൊടുത്തു എന്നിട്ട് ഇവർക്ക് ഇത് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു എന്നിട്ട് ആ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ടേബിളിൽ ആദ്യത്തെ ടെസ്റ്റിന്റെ റിസൾട്ടും ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്ത തെറാപ്പിക്ക് ശേഷമുള്ള റിസൾട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ വന്നു നമ്മുടെ ടേബിളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം എത്ര പെർസെൻറ്റേജ് എത്ര മാത്രം വന്നു ഈ അമ്പത് പേരിൽ ഓരോരുത്തരുടെയും പേര് എഴുതി നമ്മൾ ആദ്യത്തെ ലെവല് നോക്കും ആദ്യം ഇവിടെ നമ്മൾ എന്താ പറയുക ടെൻ സ്കോറിലായിരുന്നു ചെയ്തത് ടെൻ സ്കോർ എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്കോറിലാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പം നമ്മൾ നോക്കും ഇതിൽ എത്ര മാത്രം മാറ്റം വന്നു ഏഴോ എട്ട് അല്ലെങ്കിൽ എട്ടോ ഒമ്പതിൽ നിന്നിരുന്നവർ താഴേക്ക് എത്തിയോ ബിലോ ആവറേജിലേക്ക് എത്തിയോ അതായത് മേജർ ഡിപ്രസീവിൽ നിന്ന് അവർ മോഡറേറ്റിലേക്കോ അതോ അതോ മൈൽഡ് ഡിപ്രസീവിലേക്കോ എത്തിയോ സീറോയിൽ എത്താനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് തീരെ മാറണം എന്നില്ല എന്നാൽ അവർ കുറെ കുറഞ്ഞോ ആറുമാസം കൊണ്ട് ഇത്രയും കുറഞ്ഞോ എന്നുള്ളത് നോക്കുകയാണ് അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇത് രണ്ടും കൂടി കമ്പാരിറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരേ ഗ്രൂപ്പിലാണ് അത് കാലയളവ് മാത്രമേ മാറ്റുള്ളൂ അപ്പൊ നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നു അവിടെ അപ്പൊ നമ്മളത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ഇത് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ചെയ്തതിൽ എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇനി ഇനി ഈ മാത്തമാറ്റിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ വീരരാഘവന്റെ ഷെഡ്കോക്കർ എന്ന വ്യക്തിയുടെയുമാണ് നിങ്ങളുടെ ബുക്ക് നിറയെ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മളിത് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് നമ്മൾ ഏതെങ്കിലും ഒരു തിയറി ഇതിനകത്ത് പ്രോബബിലിറ്റി തിയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ചെയ്യുന്നത് കേട്ടോ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻസും ഉണ്ടാവും നമുക്ക് നമ്മൾ പ്രൊഡിക്ഷൻസ് വരും ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് വരേണ്ടതെന്നുള്ള ഒരു പ്രൊഡിക്ഷൻ ഉണ്ടാവും നമുക്ക് ഇനി അടുത്തത് നോക്കിക്കോളൂ അടുത്ത പാരഗ്രാഫിലെ ചിലപ്പോ നമ്മൾ ഈ ഈ രീതിയിൽ നമ്മളിപ്പോ അമ്പത് പേര് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ചെയ്തോ അപ്പോൾ നമുക്കൊരു ജനറലൈസേഷൻ കിട്ടും ഓൾ പോപ്പുലേഷനിൽ ഇത്ര ശതമാനത്തിൽ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ആയിരം പേരിൽ നിന്ന് അമ്പത് പേരെ നമ്മൾ സെലക്ട് എടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഓരോ ആയിരം പേരിലും അമ്പത് പേരെങ്കിലും ഡിപ്രഷൻ ഉള്ളവർ ഉണ്ട് എന്ന് നമ്മളൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയിലേക്ക് നമ്മൾ എത്തുന്നു അങ്ങനെ നമ്മളൊരു കൺക്ലൂഷനിലെത്തുകയാണ് ഇങ്ങനെയാണ് പോപ്പുലേഷൻ സാമ്പിൾ കാരണം നമ്മൾ എടുത്തു ഇപ്പൊ ഞാനിവിടെ എടുക്കുകയാണെങ്കിൽ എൻ്റെ പഞ്ചായത്തിൽ എടുത്തു അതിൽ ഇത്ര മാത്രം ഇത്ര ആൾക്കാരെ എടുത്തപ്പോൾ ഇത്ര പേഴ്സൻറ്റേജിന് ഇത്രയുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പൊ എന്താണ് യെസ് നാച്ചുറലി അടുത്ത പഞ്ചായത്തിനും എത്ര റേറ്റ് ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇത്രയും അവിടെയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഉണ്ടാകണമെന്നില്ല എന്നാലും അതിൻ്റെ ഒരു ആ പ്രൊപ്പോർഷണൽ ഡേറ്റ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു റേറ്റ് കൊടുക്കുന്നു കേട്ടോ ഇനി അടുത്തത് അതൊന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കിക്കൊള്ളുവേ പേജ് നമ്പർ എയ്റ്റീൻത്ത് ഡ്രോ ചെയ്തിരിക്കുന്നത് selection of a representative sample നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിനെ സെലക്ട് ചെയ്തെടുക്കുന്നു ആ സെലക്ട് ചെയ്ത് എടുക്കുന്നതിന് നമുക്കറിയണമല്ലോ ഇവർക്ക് എന്തെങ്കിലും വെറുതെ പോയിട്ടല്ല നമ്മൾ ഒരാളെ എടുക്കുന്നത് വെറുതെ പോയിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അഡോളസൻസ് ഗ്രൂപ്പിനെ ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അഡോളസൻസ് ഗ്രൂപ്പിനെ നമുക്ക് എടുക്കാം അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ എക്സാമ്പിൾ പറയാമോ എവിടെയാ നമ്മളൊരു ഒന്നോ രണ്ടോ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും അതായത് ലേറ്റ് അഡോളസൻസും ഏർലി അഡോളസൻസും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇലവൻ ട്വൽത്തിലെ ഒരു എത്രയാണ് നമ്മളോട് മൂന്ന് ഗ്രൂപ്പ് എന്നാ പറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ് അപ്പൊ മൂന്ന് രണ്ട് ആറ് അറുന്നൂറ് മുന്നൂറ് കുട്ടികളെ നമ്മൾ ഇവിടുന്ന് എടുക്കണം ഹയർ സെക്കൻഡറിയിൽ നിന്ന് എടുക്കണം മുന്നൂറ് കുട്ടികളെ നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് എടുത്തു അപ്പം എയർലൈൻ ഡേറ്റും അഡോളസെൻസ് ആയി ഒന്ന് എട്ടിലെയും ഒമ്പതിലെയും കുട്ടികളെ എടുത്തു ഒന്ന് പതിനൊന്നിലെയും പന്ത്രണ്ടിലെയും അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും മാത്രം കുട്ടികളെ എടുക്കുന്നു അപ്പൊ നമുക്കിത് എടുക്കാൻ പറ്റുന്നത് നമ്മളിത് എടുക്കുമ്പോൾ മോസ്റ്റ്ലി ഇപ്പം നിങ്ങളോട് ഇത് എടുക്കാൻ പറയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അർബൺ ഏരിയയിൽ നിന്ന് എടുക്കാം ദെൻ റൂറൽ ഏരിയയിൽ നിന്ന് എടുക്കാം വേണമെങ്കിൽ കമ്പാരിറ്റീവ് എടുക്കാം അർബൻ ആൻഡ് റൂറൽ ഏരിയയിലെ യെസ് ഇമോഷണൽ ഇന്റലിജൻസിൽ ഇമോഷണൽ ഇന്റലിജൻസിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിലെ ഇമോഷണൽ മെച്ചൂരിറ്റി ഇമോഷണൽ മെച്ചൂരിറ്റിയുടെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിത് എങ്ങനെ എടുക്കണേന്നുള്ളത് ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു അപ്പൊ ഈ സെലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് ടാബിൾ സാമ്പിൾ എടുക്കുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രീ ടെസ്റ്റിന്റെയോ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു മുന്നൂറ് കുട്ടികളെ വേണം അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് അവ മിക്സഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ആയിരിക്കും അപ്പൊ നമുക്ക് അവർ കാണാം ഇപ്പൊ എട്ടാം ക്ലാസ്സിലെ മുന്നൂറ് കുട്ടികളെ വേണമെന്ന് പറഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു അതിൽ സെലക്ഷൻ ഒന്നുമില്ല ഇങ്ങനെ ഹൈയാണോ ആണോ ഇതൊന്നും നോക്കുന്നില്ല ഇമോഷണൽ ഇന്റലിജൻസ് ആണോ ഇമോഷണൽ മെച്യൂരിറ്റി ആണോ നോക്കുന്നത് അവിടെ ഇന്റലിജൻസിന്റെ ഇല്ല എത്ര മെച്യൂരിറ്റി ഉണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ എട്ടാം ക്ലാസ്സിൽ മുന്നൂറ് കുട്ടികളെ എടുത്തു ഇലവൻത്തിലെയോ ട്വൽത്തിലെയോ ഒരു മുന്നൂറ് കുട്ടികളെ എടുത്തു അപ്പൊ അവിടെ സെലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് സാമ്പിളായി ഈ സാമ്പിളിൽ നിന്നാണ് നമ്മൾ പിന്നെ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത് ഇമോഷണൽ മെച്യൂരിറ്റി സ്കെയില് പിന്നെ മുമ്പിലത്തെ പേജിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത് ഇമോഷണൽ മെച്ചൂരിറ്റി സ്കെയിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നു ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ എല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നു നമ്മൾ സ്കൂളിൽ പോയി ഇങ്ങനെ മുന്നൂറ് മുന്നൂറ് എണ്ണം അപ്പൊ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ് എണ്ണൂറ് വെച്ച് നമ്മളത് മാറ്റി വെച്ചു മൂന്ന് ഗ്രൂപ്പായിട്ട് അപ്പം നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത് അതനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അന്നിട്ട് സെലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ കിട്ടി ദെൻ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു പിന്നെ നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യാണ് ഈ ഡേറ്റ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് ഇത്ര മാത്രം ഇതാണ് ഇതിൽ ഏത് ടെസ്റ്റാണ് നടത്തേണ്ടതെന്നുള്ളത് അപ്പം നമ്മൾ സിംഗിൾ ടെസ്റ്റാണ് നോക്കുക ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വരും ഡിപ്പെൻഡും ഇൻഡിപെൻഡൻറ്റും വേരിയബിൾ ഒന്നിൽ കൂടുതൽ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ന് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ തലയിലത്ത് നമ്മൾ വരച്ചു വെക്കണം കേട്ടോ then draw conclusion make inferences about the population. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ആ ഇങ്ങനെയൊക്കെയാണ് മാത്രം കുട്ടികൾക്ക് ഇത്രയും ഉണ്ട് ഇത്ര പേഴ്സൻറ്റേജിന് മാത്രം ആ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട് ഇത്ര ഇത്ര പേഴ്സൺസ് ഇത്രയും കുട്ടികൾക്ക് എന്തില്ല ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല ഇമോഷണൽ മെച്യൂരിറ്റി സ്കെയിലൊക്കെ റിയലബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് we want to study the എൻവയൺമെന്റൽ attitude of adolescence in Mumbai അവരുടെ എൻവയൺമെന്റൽ ആറ്റിറ്റ്യൂഡ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പിൾ എടുത്തിരിക്കുന്നത് ഞാനിത് പതിനെട്ടാമത്തെ പേജ് മോനെ attitude of adolescence in Mumbai കേട്ടോ അതിന് നമ്മൾ അഞ്ഞൂറ് പേരെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ പോപ്പുലേഷൻ അഡോളസൻസ് മുംബൈ നിന്നാണ് എടുത്തിരിക്കുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ് വേണ്ടത് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതിന് നമ്മൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കണം എന്നുള്ളത് അഞ്ഞൂറ് കുട്ടികളെ എടുത്തു അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട് അഞ്ഞൂറ് ദെൻ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ഉപയോഗിച്ചു നമ്മൾ അതുകൊണ്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഈ ഡേറ്റ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഈ ടെസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഇനി ഇതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത് ഇപ്പം ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഒന്നോ ഒന്നിൽ കൂടുതലോ എന്ത് ഇൻഡിപെൻഡൻറ്റോ ഡിപ്പെൻഡൻറ്റോ ആയിട്ടുള്ള വേരിയബിൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ഇനി ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് എസ്റ്റിമേഷൻ പറയുന്നുണ്ട് ആദ്യമേ എസ്റ്റിമേഷനും ഹൈപ്പോത്തിസ് ആണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ എസ്റ്റിമേഷനിൽ നമ്മളൊരു population actual population true population എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു എസ്റ്റിമേഷൻ സാമ്പിളിന്റെ മീന് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമായിട്ടല്ല ഒരിക്കലും ചെയ്യുന്നത് ഇൻഫ്രൻഷ്യൽ ആദ്യം ഡിഫറൻഷ്യൽ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്രൻഷ്യലേക്ക് കയറുന്നത് കാരണം ഡിഫറൻ ആദ്യം ഈ ഡിഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനുണ്ടാകുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാനുണ്ടാവുന്ന കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡിവിയേഷനും ഒക്കെ വേണം അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഇൻഫ്രൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ കയറുന്നത് ഓക്കെ ഉണ്ട് അല്ലെ നമ്മൾ ഏതൊരു അത് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം മീൻ കിട്ടണം മീൻ കിട്ടിയാല് മീനും മീഡിയൻ അല്ല മീനായിരിക്കും നമുക്ക് വേണ്ടത് മീനും സ്റ്റാൻഡേർഡ് ഡിവിഷനും നമുക്ക് വേണം അത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ എസ്റ്റിമേഷനിൽ നമ്മളോട് പറയുന്നത് നമ്മൾ ഒരു പോപ്പുലേഷൻ എടുത്തിട്ട് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഏതാണോ നമ്മൾ റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്തെടുത്ത സാമ്പിൾ അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലാതെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു മീനിങ് നിങ്ങൾ മനസ്സിൽ കരുതരുത് കേട്ടോ നമ്മൾ ഏത് സാമ്പിൾ എടുത്തോ ഇപ്പൊ ഞാന് എൻ്റെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ പാലക്കാട്ടെ കുറച്ച് ആൾക്കാരെ എടുത്താൽ ആ പർട്ടിക്കുലർ ആൾക്കാരെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത് എൻ്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ എൻ്റെ സാമ്പിള് ആ ഒരു ആ സാമ്പിളിന് എന്തെടുക്കും ഞാൻ മീൻ എടുക്കും മീൻ എടുക്കുമ്പോൾ മോസ്റ്റ്ലി അവിടെ പോയ പോയിന്റ് വരും മീനിനകത്ത് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് forty six point eight expected ആയിട്ടുള്ള ഒരു ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് നമ്മൾ ചെയ്തപ്പോൾ അതിനെയാണ് നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഇത്ര പോയിന്റ് ഇത്ര പെർസെൻറ്റേജ് ഇത്ര പോയിന്റിലായിരിക്കും അത് കിട്ടുക അതിനെ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് നമ്മൾ പറയുന്നു കിട്ടിയോ അതിന് പിന്നെ ചെയ്യാനുള്ള ഞാനിപ്പോൾ നൂറ് പേര് എടുത്തു അപ്പം ഞാൻ പറഞ്ഞു ഒരു സെവൻറ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന മീൻ മീൻ എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ അതിനെ നമ്മൾ പോയിന്റ് മീൻ എപ്പോഴും തന്നെ പോയിന്റില്ല നമുക്ക് കിട്ടുക അപ്പൊ ആ ഒരു പോയിന്റ് അങ്ങനെ ആ പോയിന്റ് കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു ആ ഒരു എസ്റ്റിമേഷനെയാണ് നമ്മൾ വന്നിട്ട് നമ്മളുടെ എസ്റ്റിമേഷൻ്റെ കിട്ടുന്നതിനെ പോയിന്റ് എസ്റ്റിമേഷൻ കേട്ടോ ദെൻ അതിന് മീൻ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ പി എന്നാണ് കൊടുത്തിരിക്കുന്നത് population proportions is P then sample proportion B പോപ്പുലേഷന് മൊത്തം പോപ്പുലേഷന് നമ്മൾ എടുക്കാൻ സാമ്പിളിന് ക്യാപിറ്റൽ ലെറ്റർ പിയും നമ്മൾ എടുത്ത സാമ്പിളിന് നമ്മൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സാമ്പിളിന് എടുത്തിട്ടുണ്ടല്ലോ നൂറ് പേരെ അതിനെ നമ്മൾ സ്മോൾ പിയും ഉപയോഗിച്ചിട്ടാണ് ഈ പോയിന്റ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ഇന്റർവെൽ എസ്റ്റിമേഷന് ഇൻട്രവൽ എസ്റ്റിമേഷൻ നമുക്കറിയാം നമ്മൾ സൈക്കോളജിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് zero to five then six to ten eleven to fifty എന്ന ഒരു ഇന്റർവെൽ എസ്റ്റിമേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റുകളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇന്റർവൽ എടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുമ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ninety nine percentage of level confidence കിട്ടും കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും പഠിച്ചിരുന്നു അഞ്ച് എങ്കിലും വ്യത്യാസം വരുമെന്നുള്ളത് ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും എല്ലാം കറക്റ്റ് ആയി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അഞ്ച് ശതമാനത്തിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല ആ പറയുന്ന സാമ്പിളില് അപ്പൊ എന്തായിട്ട് വരും അവിടെ നമ്മൾ ഇന്റർവൽ എസ്റ്റിമേഷൻ ആണ് പറയുന്നത് അതെ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസിനെ എസ്റ്റിമേഷനിലേക്ക് ഇട്ട് പറയുവാണ് ചെയ്തത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് എത്രയായിരുന്നു ഫൈവ് വരെ നമ്മളോട് പറഞ്ഞിരുന്നു അല്ലേ അത് തന്നെയാണ് ഇവിടെ ഇന്റർവൽ എസ്റ്റിമേഷന് പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്നുണ്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അതിന് പുറമെ നെക്സ്റ്റ് പേജ് പേജ് നമ്പർ ട്വന്റിയില് സാമ്പിളിംഗിൽ എറർ വരാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയുന്നുണ്ട് if difference falls within the range plus or minus one point nine six the significant difference കണ്ടോ അത് തന്നെ സെയിം സാധനം can be set to be real and not due to the chance of factors നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിഗ്നിഫിക്കൻസ് പഠിച്ചില്ലേ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അതാണ് ഇവിടെ വരുന്നത് കേട്ടോ എസ്റ്റിമേഷനില് ഇന്റർവൽ എസ്റ്റിമേഷനില് ഓക്കെ ദെൻ വീണ്ടും ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നോക്കിക്കോളൂ hypothesis a tentative statement that is investigated during the process of research അത് അതാണ് ഹൈപ്പോത്തിസ് എന്താന്ന് ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് അത് പഠിച്ചു നോക്കണേ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് നമ്മൾ റിസർച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾ എഴുതി വെക്കുകയാണ് ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഈ ഹൈപ്പോത്തിസ് എപ്പോഴും സാർട്ടൺ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇനി ഇത് റിസർച്ചർ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ എത്തുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഹൈപ്പോത്തിസിസ് വാലിഡേറ്റ് ആണോ എന്നറിയുന്നത് ചില സമയങ്ങളിൽ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ് ആവാറുണ്ട് നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് അത് കറക്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പൊ അത് ചില സമയത്ത് എന്ത് ചെയ്യും കറക്റ്റ് അല്ലാതെ വരും അപ്പൊ അത് റിജക്റ്റഡ് ആയി പോകും പിന്നെ പറയുന്നത് ചാൻസ് ഫാക്ടർ ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യാനും അതിന് ആ ഒരു ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് എന്ന ടൈറ്റിലിന്റെ ഏറ്റവും താഴത്തെ ലൈൻ നോക്കുക it's not incorrectly accepted or rejected due to results that are influenced by chance factor or confounding factors chance ഫാക്ടറോ അല്ലെങ്കിൽ കൺഫൗണ്ടിങ് ഫാക്ടേഴ്സോ വരുമ്പം ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുമുള്ള ചാൻസ് ഉണ്ട് ഹൈപ്പോത്തിസിൽ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഞാനിപ്പം എൻ്റെ പഞ്ചായത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവുകയാണ് ഇവിടുത്തെ അഡോളസൻസ് കുട്ടികളെല്ലാം മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണ് അതിൻ്റെ കാരണം പേരൻസ് അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ പേരൻസ് അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇവർ മൊബൈലിന് അഡിക്റ്റഡ് ആയതെന്നാണ് എൻ്റെ ഹൈപ്പോത്തിസിസ് ഞാൻ ഹൈപ്പോത്തിസിസ് പറഞ്ഞിരിക്കുന്ന പേരൻസ് അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാമേ ഞാനത് മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ ക്വസ്റ്റനെയറൊക്കെ എടുത്ത് എൻ്റെ പഞ്ചായത്തിലുള്ള ഒരു ആയിരം കുട്ടികളെ ഞാൻ ചെയ്യാൻ പോവാണ് അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ അസംഷനാണ് ദാറ്റ് മീൻസ് ഒരു ടെൻഡേറ്റീവ് അസംഷൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പേരൻസ് അഡോളസൻസ് കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആണ് ഇവരിങ്ങനെ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയത് എന്നിട്ട് ഞാൻ മൊബൈൽ ഫോണിൽ അഡിക്ഷന്റെ ക്വസ്റ്റ്യനിയർ കൊടുത്തു ദെൻ ഇവരിൽ നിന്ന് അപ്പൊ ഇവർ അഡിക്റ്റഡ് ആണല്ലോ അപ്പൊ അവരെ സെലക്ട് ചെയ്തെടുത്തു എന്നിട്ട് വീണ്ടും ഞാൻ എന്താണ് നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പേരൻസിന്റെ ആണെന്ന് എന്നിട്ട് വീണ്ടും ഞാൻ ഒരു ടെസ്റ്റും കൂടെ ചെയ്തു എന്തിനു വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ആദ്യം മൊബൈൽ ഫോൺ അഡീഷൻ ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്തെടുത്തു എന്തുകൊണ്ട് ഇവര് ഇതിലേക്ക് പോയി എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് പേരൻസിന്റെ പ്രോബ്ലം അല്ല ഇത് പിയർ ഗ്രൂപ്പും മീഡിയയുടെ ഇൻഫ്ലുവൻസും ആയിരുന്നു എന്ന് അപ്പൊ എന്ത് വന്നു ഇവിടെ എന്താ സംഭവിച്ചു ഇവിടെ കേട്ടിരുന്നവർ പറയാം എന്താ സംഭവിച്ചെന്ന് എന്റെ അസംഷൻ തെറ്റായിരുന്നു ശരിയല്ലേ എന്റെ ഹൈപ്പോതിസ് റിജക്റ്റ് ആയി അങ്ങനെ മനസ്സിലാക്കാൻ പഠിക്കും മക്കളെ ഞാൻ നേരത്തെ വെച്ചിരുന്ന ഹൈപ്പോതിസ് തെറ്റിപ്പോയി അപ്പൊ ആയി റിജക്റ്റഡ് ആയി ഒക്കെ അത്ര ഓർത്തിരുന്നാ മതിയേ ആയി ആക്സെപ്റ്റ് ആയി ഇതിനകത്ത് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ചിലർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും ഇതെന്താന്ന് ഒന്നും അറിയത്തില്ലാത്തവരും ഉണ്ടാവും ക്ലാസ്സിൽ അഞ്ചാറോ പേരെ ഉള്ളെങ്കിൽ പോലും ചിലപ്പം അല്ലേ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസ് ഇതിനകത്ത് നൺ ഹൈപ്പോത്തിസിസ് പറയുന്നുണ്ട് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും പറയുന്നുണ്ട് രണ്ടെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് നൾ ഹൈപ്പോത്തിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസും ദെൻ നൾ ഹൈപ്പോത്തിസ് ആണെങ്കിൽ അതിനകത്ത് ട്വന്റിയിൽ ഒരു മിഡിലായിട്ടാണ് ആദ്യത്തെ ഹൈപ്പോത്തിസിന്റെ in research attempts are made by the researcher to reject the null hypothesis null hypothesis also refer to as hypothesis of no differences ഒരു ഡിഫറൻസും ഇല്ല എന്നാണ് പറയുന്നത് a null hypothesis implies there is no difference between two groups അതിനെ അങ്ങനെ രണ്ട് ഗ്രൂപ്പും there is no significant difference between both groups അല്ലെങ്കിൽ ടു ഗ്രൂപ്പ്സ് എന്ന് വരുന്നതാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എഴുതുന്നത് അല്ലെങ്കിൽ എന്ത് വരും there is significant difference between അല്ലെങ്കിൽ എന്താ പറയുക there will be a significant difference between എന്ന് പറഞ്ഞു വരും അപ്പം ഇവിടെ എന്താ വന്നിരിക്കുന്നത് നൾ ഹൈപ്പോത്തിസിൽ ഓൾറെഡി പറയാണ് ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ യാതൊരു എന്താണ് ഡിഫറൻസും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നൾ ഹൈപ്പോത്തിസ് തുടങ്ങുന്നത് അപ്പൊ അതിനകത്തൊരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട് no significant difference exists in job satisfaction of public and private bank employees ഇതാണ് അവർ ചെയ്തത് അവരെന്താ ചെയ്ത ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കെയിൽ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ് നൾ ഹൈപ്പോത്തിസിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത് അതിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കെയിലാണ് അത് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ബാങ്ക് എംപ്ലോയീസിന്റെ കയ്യിലും അതേപോലെ തന്നെ പബ്ലിക് ബാങ്ക് എംപ്ലോയീസിന്റെ കയ്യിലുമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കൂട്ടരുടെയും കയ്യിൽ കൊടുത്തിട്ട് ഇവർ ഇവരെന്താ പറയുന്നത് ഇവർ പറഞ്ഞിരുന്നത് നൾ ഹൈപ്പോത്തിസ് ആണ് ഒരു വ്യത്യാസവും ഇല്ലാന്ന് അപ്പം കിട്ടിക്കഴിയുമ്പം ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് പറഞ്ഞത് ശരിയാണ് ആക്സെപ്റ്റ് ചെയ്തു ഇത് കയ്യിൽ നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു യെസ് രണ്ടും തമ്മിൽ പ്രൈവറ്റും പബ്ലിക് ബാങ്കുകാരുടെ തമ്മിൽ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പൊ എന്തായി നൾ ഹൈപ്പോത്തിസ് റിജക്റ്റ് ആയി അല്ലേ ഡിഫറൻസ് രണ്ട് ഗ്രൂപ്പും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ആൾട്ടർനേറ്റീവ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ട്രൂ ആയി ആ അങ്ങോട്ട് പോയി അവിടെ നമ്മൾ എത്തിയില്ല ഇതിൽ നമുക്ക് പറയാലോ ഇത്രേ നൾ ഹൈപ്പോത്തിസ് മാത്രം ചിന്തിക്കാൻ എന്നിട്ട് പറയൂ കേട്ടോ നൾ ഹൈപ്പോത്തിസിൽ നമ്മൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പം മറ്റു ആൾട്ടർനേറ്റിലേക്ക് പോകും എന്നുള്ളത് ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവട്ടെ ഇനി alternative hypothesis also called research hypothesis നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കാറ് ഏതാണ് യെസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് ഉപയോഗിക്കാറ് അതുകൊണ്ടാണ് അതിനെ കോൾഡ് റിസർച്ച് ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യിപ്പിക്കുമ്പോൾ എപ്പോഴും പറയും നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എടുക്കുക എന്ന് പറയും ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ counter proportion to null hypothesis ഞാൻ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് ഇത് തിയറി ബേസ് തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും തിയറി ബേസ്ഡും ആയിരിക്കും ഇവിടെ there will be a significant difference in job satisfaction of public and private bank employee ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലോ ആക്സെപ്റ്റ് ചെയ്താൽ എന്തായി യെസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസ് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതായി ആക്സെപ്റ്റ് ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്തു അല്ലെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോയി നൾ ഹൈപ്പോത്തിസ് എഴുതുന്നത് മനസ്സിലാക്കണം നൾ ഹൈപ്പോത്തിസ് ആണെങ്കിൽ നൾ ഹൈപ്പോത്തിസിന് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓ ഇതിനകത്ത് ഡിനോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എച്ച് സീറോ കേട്ടോ എച്ച് എന്നിട്ടിട്ട് താഴെ സീറോ ഇട്ടാൽ അത് നൾ ഹൈപ്പോത്തിസ് ആണെന്നും ദെൻ നിങ്ങൾ ബുക്കിൽ എച്ച് എന്നോ അല്ലെങ്കിൽ എച്ച് വൺ എന്നോ ഒക്കെ ഇടുന്നതാണ് ഏത് alternative hypothesis sorry ma'am my microphone is not working okay then null hypothesis ആണെങ്കിൽ എന്തെന്നാ വരുന്നത് there is no there is no significant difference between എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് ആണെങ്കിൽ ദർ ഇസ് സിഗ്നിഫി എന്താ പറയാ there will be a significant difference between അല്ലെങ്കിൽ there is significant difference between എന്ന് പറഞ്ഞാണ് എഴുതാറ് മോസ്റ്റ്ലി നമ്മൾ എന്താ എഴുതാറ് പ്രസന്റൻസിലാണ് എഴുതാറ് കേട്ടോ ഓർത്തിരുന്നോടെ ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസസ് അബൌട്ട് ഇൻഇക്വാളിറ്റി അതായത് രണ്ട് ഗ്രൂപ്പിന്റെ ആണ് കാണിക്കുന്നത് ദർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്നും പറഞ്ഞാണ് വരുന്നത് അപ്പം ഇൻഇക്വാളിറ്റി ആണ് ദെൻ ഇവിടെയോ നള്ളിലാണെങ്കിൽ ഇക്വാലിറ്റി ആണ് കാണിക്കുന്നത് ഓക്കെ അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് then alternative hypothesis refers to സാമ്പിളിനെ ആണെങ്കിൽ നൾ ഹൈപ്പോത്തിസ് റെഫേഴ്സ് ടു പോപ്പുലേഷനെ ആണ് വലിയൊരു പോപ്പുലേഷൻ എടുക്കും അപ്പോഴാണ് അവിടെ അവർക്ക് പറയാൻ പറ്റുന്നത് ദെൻ നെക്സ്റ്റ് വന്നിട്ട് നോക്കൂ Third difference, null hypothesis to be tested indirectly. Then alternative hypothesis tested directly. Directly test ചെയ്താൽ മാത്രമേ ആ ഡിഫറൻസ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ മറ്റേ ഡിഫറൻസ് ഒന്നും നോക്കണ്ടല്ലോ there is not significant difference എന്നാണ് പറയുന്നത് അപ്പോൾ ഡിഫറൻസ് നോക്കേണ്ടതായിട്ട് വരുന്നില്ല ഇനി ഫോർത്ത് നോക്ക് അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ഫോർത്ത് കേട്ടോ നോക്കിക്കൂടുവേ it's the alternative hypothesis are usually written using Roman symbols whereas null hypothesis are writing in Greek symbols ആ സിമ്പിൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കണേ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് ആൾട്ടർനേറ്റീവ് എച്ച് വൺ കണ്ടോ മുകളിൽ എച്ച് എന്ന് കൊടുത്തിട്ട് താഴെ അവർ കൊണ്ടുവന്ന് എച്ച് വൺ എന്ന് കൊടുത്തു മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എച്ച് വൺ എന്നാണ് കേട്ടോ നിങ്ങളുടെ ബുക്കിനകത്ത് ആ മോളില് പേജ് നമ്പർ ട്വന്റി വണ്ണില് മുകളിൽ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ എച്ച് എന്നുള്ളത് എച്ച് വൺ എന്നങ്ങ് ആക്കുകയാണെങ്കിൽ എളുപ്പം കഴിയും നിങ്ങൾക്ക് മനസ്സിലാക്കുക കേട്ടോ പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എച്ച് വൺ എന്നാണ് ആൾട്ടർനേറ്റീവിന് ഇപ്പോഴത്തെ പറഞ്ഞാൽ ഹൈപ്പോത്തിസിന് എച്ച് സീറോ എന്നും പറഞ്ഞാണ് ദെൻ എന്താ പറയാ അവരുടെ സിമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ഒന്ന് റോമൻ സിമ്പിൾസും ഒന്ന് ഗ്രീക്ക് സിമ്പിൾസും ആണെന്നുള്ളത് ഓർക്കണം then alternative hypothesis explicit hypothesis ആണ് ഇംപ്ലിസിറ്റും ആണ് അതായത് ഒരെണ്ണം എന്താണ് ഡയറക്റ്റും ഒന്ന് ഇൻഡയറക്റ്റും ആയിരുന്നു അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പം അത് എക്സ്പ്ലിസിറ്റ് ഹൈപ്പോത്തിസിൽ വന്നു mainly because it cannot be directly tested employed hypothesis എന്ന് പറയുന്നത് കാരണം അത് ഡയറക്ട്ലി വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി characteristics of good hypothesis hypothesis ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കാറില്ല അത് എപ്പോഴും ഡിക്ലറേറ്റീവ് ഫോമിലാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ വരണം എന്നുള്ളതാണ് കേട്ടോ അല്ലെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാറേ ഇല്ല ആരും നമ്മൾ ഒരു റിസർച്ചർ ഒരിക്കലും ഒരാളോട് പുറമേ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതല്ല അവർ തന്നെ അത് കണ്ടെത്താനുള്ളതാണ് അപ്പൊ അതെപ്പോഴും ഡിക്ലറേറ്റീവ് ഫോമിലേ കൊടുക്കുള്ളൂ then it states a relationship that expected between given variables റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത് then the theory or literature basis hypothesis formulated തിയറിയോ ലിറ്ററേച്ചറോ എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത് ഹൈപ്പോത്തിസിസ് ഉണ്ടാവുന്നത് അപ്പൊ ആ ഗുഡ് ഗുഡ് ഹൈപ്പോത്തിസ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇനിയുണ്ട് hypothesis need to clear then the point as well as brief correct ആയിട്ടും ക്ലിയർ ആയിട്ടും വേണം അത് പിന്നീട് അത് വരുമ്പം അത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതാണ് it needs to be possible test the hypothesis അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം ഹൈപ്പോത്തിസിസ് വരാൻ എന്നുള്ളതാണ് പറയുന്നത് the next level of significance കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ ഇതൊക്കെ നോക്കിയുള്ളൂ പ്രോബബ്ലി ട്രൂ അതായത് zero point zero five level or zero point one level അവിടെ ഒരു ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഏതെടുത്താലും നൂറ് ശതമാനവും ഒന്നും ശരിയാകണമെന്നില്ല എന്നുള്ളതാണ് ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ബാങ്ക് എംപ്ലോയീസിൽ റിസർച്ചർ അതിൽ റിസർച്ച് ചെയ്തു എന്നിട്ട് അവർ പറയുന്നത് എന്തെന്നാണ് point zero five level of significance അതായത് പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ടു എന്ന് പറയുന്നുണ്ടല്ലോ അത് less than zero point zero five എന്ന് പറയുന്നുണ്ട് അതായത് കോൺഫിഡൻസ് ലെവലാണ് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് മുതൽ ഒരു ഫൈവ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് വരുന്നു അതായത് five percentage to one percentage chance of the result confounding factors വരുന്നത് കൊണ്ട് അവിടെ ഒരു ചാൻസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ട്രൂ ആയിരിക്കുകയില്ല അതായത് നൂറ് ശതമാനവും കംപ്ലീറ്റ് ട്രൂ ആയിരിക്കണമെന്ന് നിർബന്ധം ഇല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടിയെ ആ അതേ പാരഗ്രാഫിന്റെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് if the obtained value is higher than the table value നമുക്കൊരു ടേബിൾ വാല്യൂ തരുന്നുണ്ട് അതിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയ വാല്യൂ എങ്കിൽ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ് ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ആയി പോകും ആൻഡ് ഇഫ് ദ ഇനി നോക്ക് obtained values less than the table value ആണെങ്കിൽ നൺ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റഡ് ആണ് ടേബിൾ വാല്യൂ നമുക്ക് തരുന്നതാണ് ഇത്രയാണ് ഇതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് നമുക്ക് തരും അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തിസ് റിജക്റ്റ് ആവും ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും ഇത് ഇങ്ങനെ തിയറി ആയിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നതല്ല ഇത് നിങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ ഓരോ ടെസ്റ്റും നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം ഓരോ ടെസ്റ്റും എന്താണ് പറയുന്നത് പ്രോബബിളി ട്രൂ എന്നേ പറയുന്നുള്ളൂ കംപ്ലീറ്റ് ട്രൂ എന്ന് പറയുന്നില്ല കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂ ആണ് എന്ന് പറയുന്നില്ല അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട് one percentage to five percentage അത് പറയുമ്പോൾ ഫൈവ് ടു വൺ എന്നാണ് പറയുന്നത് കേട്ടോ five percentage or one percentage എന്നാണ് പറയുന്നത് അത്രയും വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസുകളുണ്ട് അപ്പൊ ആ ചാൻസ് ഉള്ളതുകൊണ്ടാണ് സിഗ്നിഫിക്കൻസ് ലെവൽ വരുന്നത് അപ്പൊ പ്രോബബ്ലി ട്രൂ എന്നൊരു വാക്കാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ സിഗ്നിഫിക്കൻസ് ലെവലിൽ സീറോ ഫൈവിന്റെ വ്യത്യാസം ലെവൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ വ്യത്യാസം വരുന്നു ഇനി കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ one tailed and two tailed test ഉണ്ട് ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ബോർഡിൽ വരച്ചൊക്കെ നോക്കി കാണിച്ചായിരുന്നു ടു ടൈലേഡ് ഒക്കെ അപ്പൊ അതാണ് അപ്പം വൺ ടൈൽഡും ടു ടൈൽഡും ഉണ്ട് ഇല്ലേ വൺ ടൈൽഡ് ആണെങ്കിൽ എന്താ പറയുന്നത് ഒരു സൈഡിലായിട്ടായിരിക്കും എന്ത് വരുന്നത് നമ്മളിങ്ങനെ ഈ ഒരു കർവ് വരയ്ക്കുമ്പോൾ കർവ് വരയ്ക്കുന്നത് ഒരു ബെല്ല് വെച്ച പോലെ ആയിരിക്കും കർവ് ബെല്ലറിയാവോ എങ്ങനെയാണെന്ന് നമ്മൾ പള്ളിമണിയൊക്കെ തൂക്കിയിടുന്ന കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്പലത്തിലെ അതേപോലത്തെ ബെല്ലില്ലേ ആ ബെല്ല് പോലെ ആയിരിക്കും നമ്മളുടെ ഒരു നമ്മൾ വരയ്ക്കുന്ന കാർ ഇരിക്കുന്നത് അതായത് ഈ ബെല്ലിനുള്ളിലായിരിക്കും കൂടുതൽ നിൽക്കുന്നത് സൈഡിലേക്കല്ലല്ലോ ഒരു ബെല്ലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡിലേക്കല്ല നിൽക്കുന്നത് നാല് രണ്ട് സൈഡ് ഉണ്ടാവും ബെല്ലിന് ഉണ്ടോ ബെല്ലൊന്ന് മനസ്സിൽ കരുതിക്ക് എങ്ങനെയാണെന്ന് നമ്മൾ അടിക്കുന്ന ബെല്ലില്ലേ ഈ കോല് വെച്ചിട്ടുള്ള ബെല്ലല്ല അല്ലാതെ ഒന്നില്ലേ എങ്ങനെ കാണിച്ചു തരിക നിങ്ങളെ ആ നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ ട്വന്റി ത്രീയിലെ നോക്കിക്കേ പേജ് നമ്പർ ട്വന്റി ത്രീയിൽ വരച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് അതാണ് ഞാൻ ബെൽ ഷേപ്പ് എന്ന് പറഞ്ഞത് കണ്ടോ ആ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് zero point zero five and zero point zero one ഇത് ഒരു സൈഡിലാണ് എങ്കിൽ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വൺ ടൈൽഡ് എന്ന് പറയുന്നു ഫുള്ളി ഒരു സൈഡിലാണ് വന്നതെങ്കിൽ പക്ഷെ അത് രണ്ടും രണ്ട് അറ്റത്തേക്ക് വരികയാണ് zero point two five zero point two five എന്ന് പറഞ്ഞ് രണ്ട് സൈഡിലേക്ക് നിൽക്കുകയാണ് അപ്പൊ നടുക്ക് എത്ര കിട്ടും സീറോ പോയിന്റ് നയൻ ഫൈവ് കിട്ടി നടുഭാഗത്ത് അപ്പൊ അങ്ങനെ കിട്ടുന്നത് എന്താണ് ടു ടൈൽഡ് ആയിട്ട് വരുന്നു ഇനി വൺ ടൈൽ ആണെങ്കിൽ നടുക്ക് അപ്പോഴും എത്രയാണ് സീറോ പോയിന്റ് നയൻ ഫൈവ് ആണ് പക്ഷെ ഒരു സൈഡിലാണ് എന്ത് പോയിരിക്കുന്നത് പോയിന്റ് ഫൈവ് പോയത് ഫൈവ് പെർസെന്റേജ് പോയിരിക്കുന്നത് അപ്പൊ അത് വൺ ടെയിൽഡ് ആയിട്ട് വരും ഇതിലും ഈസി ആയിട്ട് പറയാൻ പറ്റില്ല അപ്പൊ രണ്ട് സൈഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയേക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഈ ഒരു കർവ് വരയ്ക്കുമ്പോൾ അപ്പൊ അത് എന്തായിട്ട് പോകും ടു ടെയിൽഡ് ആയിട്ട് പോകും ഇനി അത് വൺ സൈഡിലേക്കാണെങ്കിൽ എന്തായിട്ട് വരും അത് വൺ ടൈൽഡ് ആയിട്ട് വരും ഇത് നിങ്ങളുടെ വൺ സീറോ ഫൈവ് ബുക്കിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എറേഴ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് അത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിന്റെ സൈഡിൽ എഴുതി വെക്കുകയായിരിക്കും നല്ലത് എച്ച് ഇട്ടിട്ട് സീറോ എന്ന് ഇട്ടാൽ നൾ ഹൈപ്പോത്തിസിസ് അല്ലേ അപ്പോൾ ഒന്ന് നിങ്ങളുടെ ബുക്കിന്റെ സൈഡിൽ ഒരു മൂന്ന് നാല് സെന്റൻസ് എഴുതി വെക്കേ ഞാൻ പറയാം ഒന്നാമത്തത് എഴുതിക്കോളൂ കേട്ടോ accepting null hypothesis null hypothesis എന്ന് പറയുന്നതിന് പകരം എച്ച് സീറോ എന്ന് ഇട്ടാൽ മതിയേ accepting null hypothesis when it is true when it is true ഞാൻ പറയുന്നത് എഴുതുന്നുണ്ടോ അത് എഴുതിയാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എളുപ്പമാകും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഒന്ന് എന്ന നമ്പറിൽ നിങ്ങൾ പേജ് നമ്പർ ട്വന്റി ഫോറിൽ എഴുതിയാൽ ഈസി ആയിട്ടിരിക്കാം ഒന്ന് accepting null hypothesis when it is true ഇനി രണ്ടാമത്തത് rejecting null hypothesis rejecting a null hypothesis when it is false. വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും രണ്ടുവേ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് നിങ്ങൾ നൾ ഹൈപ്പോത്തിസിന് പകരം എച്ച് സീറോ എന്ന് ഇട്ടാൽ വെൻ ഇറ്റ് ഈസ് ഫാൾസ് ഇപ്പൊ ഞാൻ രണ്ടെണ്ണം പറഞ്ഞേ ഇനി മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആണേ rejecting null hypothesis when it is true. Rejecting null hypothesis when it is true. മൂന്നാമത്തേത് rejecting null hypothesis when it is true. നാലാമത്തേത് accepting null hypothesis when it is false. മാം ആ രണ്ടാമത്തെ ഒരിക്കൽ കൂടി പറയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ലീവ് ആ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം number one accepting null hypothesis when it is true accepting null hypothesis when it is true രണ്ടാമത്തത് rejecting null hypothesis when it is false rejecting null hypothesis when it is false മൂന്നും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ മൂന്നാമത്തത് rejecting null hypothesis when it is true നാലാമത്തത് എഴുതുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നാലാമത്തത് accepting null hypothesis when it is false accepting null hypothesis when it is false ഇനി നിങ്ങളുടെ ബുക്കിനകത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് നോക്കണേ പേജ് നമ്പർ ട്വന്റി ഫോറില് നിങ്ങളുടെ ബുക്കിനകത്ത് ഒരു ടേബിള് കണ്ടോ type one and type two errors കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ എഴുതിയത് ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാവേ ആ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അത് നോക്കി accepting null hypothesis when it is true ഒരു കുഴപ്പമില്ല അല്ലെ നൽ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിരുന്നു നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു രണ്ടാമത്തത് നൽ ഹൈപ്പോത്തിസിസ് തെറ്റായിരുന്നു നമ്മൾ റിജക്റ്റ് ചെയ്തു ഓക്കെ അത് രണ്ടും നമ്മൾ വിട്ടു ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ടേബിൾ ആണേ ടേബിളിൽ പറയുന്നത് നൺ ഹൈപ്പോത്തിസിസ് റിജക്റ്റഡ് നമ്മൾ റിജക്റ്റ് ചെയ്തു എപ്പോഴ് ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു നമ്മളുടെ അതായത് നമ്മൾ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മൂന്നാമത് തന്ന പോയിന്റ് അതായത് ടൈപ്പ് വൺ എറർ ആണത് മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത് റിജക്റ്റിംഗ് എന്ത് നൽ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിരുന്നു നമ്മുടെ നൽ ഹൈപ്പോത്തിസ് ട്രൂ ആയിരുന്നു എന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്തു അത് റിജക്റ്റ് ചെയ്തു അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ടൈപ്പ് വൺ എറർ എന്ന് പറയുന്നു ഈ ടൈപ്പ് വൺ എററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് സ്മോൾ ലെറ്റർ എഴുതി വെച്ചോണേ അല്ലെ നിങ്ങൾ മറന്നു പോകും സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് അതിനെ നമ്മൾ ആൽഫ എന്ന് പറയുന്നു ഞാനിപ്പോ നിങ്ങൾക്ക് എഴുതി തന്നതിലെ മൂന്നാമത്തേതാണ് ടൈപ്പ് വൺ എറർ നമ്മൾ എന്ത് ചെയ്തു rejecting null hypothesis when it is true നമ്മൾ ചിലപ്പോ പറയുകയല്ലേ നമ്മുടെ നിയമഘടനയിലെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അപ്പൊ നമ്മൾ എന്താ കാണിച്ചത് ഇവിടെ അത് കറക്റ്റ് ആണെന്ന് അറിയാമായിരുന്നിട്ടും നമ്മൾ അയാളെ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് റിജക്ട് ചെയ്യുകയാണ് ഉപേക്ഷിച്ചു കൊടുത്തു കഴിഞ്ഞു ആ നമുക്കറിയാമായിരുന്നു ഇത് കറക്റ്റ് ആണ് എന്ന് എന്നിട്ട് നമ്മൾ എന്ത് മിണ്ടാതിരുന്നു rejecting null hypothesis when true അത് ടൈപ്പ് വൺ എറർ ആണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് അതിനെ വായിക്കുന്നത് ആൽഫ എന്നാണ് എഴുതുന്ന എഴുതിയെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ദെൻ അടുത്തത് അത്ര കഴിഞ്ഞ് ഇനി ഇനി നിങ്ങളുടെ ആ ഒരു അത് കോളത്തിലെ രണ്ടാമത്തത് അതായത് ഞാൻ നാലാമത് നിങ്ങൾക്ക് എഴുതി തന്നത് accepting null hypothesis when it is false നമ്മൾ നമുക്കറിയാം ഇത് ഈ നൾ ഹൈപ്പോത്തിസിസ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് തെറ്റാന്ന് അറിഞ്ഞിട്ടും നമ്മൾ അതിനെയും കൂട്ടിക്കൊണ്ട് നടക്കുകയാണ് ഓക്കെ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു type two error accepting null hypothesis when it is false. അവിടെ ഡിസിഷൻ ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് വരേണ്ടത് ആക്സെപ്റ്റിംഗ് നിങ്ങളെ രണ്ടാമത്തെ ലൈനിലെ decision is not correct correct അല്ലല്ലോ നോട്ട് കറക്റ്റ് ആണ് വരേണ്ടത് ഞാൻ ഇപ്പോഴാ കാണുന്നത് ആക്സെപ്റ്റിംഗ് ആ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഫാൾസ് എന്നല്ലേ അപ്പൊ ഡിസിഷൻ കറക്റ്റ് അല്ലല്ലോ അവിടെ നോട്ട് കറക്റ്റ് അതിനെ നമ്മൾ എന്ത് പറയുന്നു ടൈപ്പ് ടു എറർ എന്ന് പറയുന്നു നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടാണ് വെറുതെ അല്ല എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാവാതിരുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി അതിനെ നമ്മൾ ആൽഫ ആൽഫ ബീറ്റ അല്ലെ beta B T A beta alpha beta ബീറ്റയുടെ ക്യാപിറ്റൽ ലെറ്റർ ബി ആദ്യത്തേന് നമ്മൾ സ്മോൾ ലെറ്റർ എ ആയിരുന്നു രണ്ടാമത്തേന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് ഞാനൊന്ന് പറഞ്ഞതെല്ലാം കൂടി ഒന്ന് പറഞ്ഞു നോക്കാം അത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സംഭവം എന്താന്നുള്ളതേ അല്ലാതെ നിങ്ങളുടെ ബുക്ക് വായിച്ചാല് അങ്ങ് അങ്ങോട്ട് തലയിൽ കയറുന്നില്ലായിരുന്നു എനിക്ക് ഒന്നാമത്തത് accepting null hypothesis when it is true രണ്ടാമത്തത് rejecting null hypothesis when it is false ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ശരിയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നു അത് ട്രൂ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു അത് ഫാൾസ് ആണെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു അതിന് യാതൊരു കുഴപ്പമില്ല അത് നമ്മൾ മാറ്റി വെച്ചു മൂന്നാമത് വന്നിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യാണ് നമുക്കറിയാം എന്ത് null hypothesis true null hypothesis true true ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വിട്ടു വെറുതെ വിട്ടു അതിനെ നമ്മൾ ടൈപ്പ് വൺ എറർ എന്നും അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ കൊണ്ടും ആൽഫ എന്ന് പറയുന്നു അതിനെ വിളിക്കുന്നത് ദെൻ നാലാമത്തെ പോയിന്റ് വന്നിട്ട് ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് ഈ നൾ ഹൈപ്പോത്തിസിനൊക്കെ നിങ്ങൾ എച്ച് സീറോ ഇടാൻ പഠിക്കണം കേട്ടോ null hypothesis when it is false അത് തെറ്റാന്നറിഞ്ഞിട്ടും അതിനെ നമ്മൾ അംഗീകരിക്കുന്നു അപ്പൊ എന്തായി ടൈപ്പ് ടു എററായി അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി കൊണ്ടാണ് ബേട്ട അല്ലെ അൽഫ ബീറ്റ ബീറ്റ ഹിന്ദിക്ക് ബീറ്റ അപ്പൊ നമ്മൾ ടൈപ്പ് വൺ എററും പഠിച്ചു ടൈപ്പ് ടു എററും പഠിച്ചു പവർ ഓഫ് എ ടെസ്റ്റ് ഒരു സിഗ്നിഫിക്കൻറ്റ് ടൈമാണ് നമ്മളോട് പറയുന്നത് അടുത്ത next power of the test കേട്ടോ ടൈപ്പ് വൺ സെക്കൻഡ് എററിലാണ് അത് വന്നിരിക്കുന്നത് നോക്ക് it is related with type two error എന്ന് പറയുന്നുണ്ട് then power of test can be explain as measure how sensitive ഇത് experiment or research it is detached the real effect that independent variable has on the dependent variable അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണ് നോക്കിയോളൂ power is equal to power എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one minus probability of type two error ആണ് one minus probability of type two error type two error എന്തായിരുന്നെന്ന് ആലോചിക്കണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ് നൾ ഹൈപ്പോത്തിസിസ് ഫാൾസ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് അതിനെ എഴുതുന്ന അപ്പം നോക്കിയോളൂ power is equal to one minus B on B is equal to one minus power അപ്പൊ നമുക്ക് ആദ്യത്തേത് വേണേൽ പഠിക്കാം power is equal to one minus B one minus B എന്ന് പറയുമ്പം ബി ഏതിനെയായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത് accepting null hypothesis when it is false അത് തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് എന്ത് ദെൻ പവർ പവർ എന്ന് പറയും പവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പി പ്രോബിലിറ്റിയെ റിജക്ഷൻ ഓഫ് നൾ ഹൈപ്പോത്തിസ് ആണ് അവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് വൺ മൈനസ് ബി എന്ന് കൊടുത്തു P stands for probability P A probability ആയിട്ട് എടുത്തു വേറൊന്നും പറയുന്നില്ല കേട്ടോ അതിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താന്നേ പറയുന്നുള്ളൂ probability range from zero to one ആണ് പറഞ്ഞിരിക്കുന്നത് more value more experiment or research will be sensitive എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഒരു പവർ ഓഫ് ടെസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളോട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൾ ഹൈപ്പോത്തിസ് ഫാൾസ് ആയതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എത്രമാത്രം ടെസ്റ്റിന്റെ പവർ എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റായ കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ വാല്യൂ എത്രയുണ്ട് ആ ടെസ്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കുന്നത് ഇനിയുണ്ടോ ഇനി അടുത്തത് പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസ് അതിനകത്ത് സ്റ്റെപ്പ് വൺ പറയുന്നത് നൾ ഹൈപ്പോത്തിസോ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസോ ആണെന്ന് സ്പെസിഫൈഡ് ചെയ്യണം ഹൈപ്പോത്തിസിസ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ എച്ച് സീറോ എന്നുള്ളത് കാണിച്ചിട്ട് എഴുതും നമ്മളൊരു ഇപ്പൊ ഒരു ഏതെങ്കിലും ഒന്ന് എടുക്കുകയാണ് നമ്മളൊരു റിസർച്ചിന് എടുക്കുകയാണെങ്കിൽ ഹൈപ്പോത്തിസിസ് എന്ന മെയിൻ ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ താഴെ നമ്മൾ നള്ളും ആൾട്ടർനേറ്റീവും ഒന്നും അവിടെ എഴുതിയിട്ടില്ല ഹൈപ്പോത്തിസിസ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് റിസർച്ച് ചെയ്യുമ്പോഴേ നമ്മൾ അതിന്റെ താഴെ എച്ച് സീറോ എച്ച് സീറോ എന്ന് എഴുതിയാൽ നമ്മൾ മനസ്സിലാക്കണം അത് നൾ ഹൈപ്പോത്തിസിസ് ആണെന്ന് നെക്സ്റ്റ് എച്ച് വൺ എന്ന് എഴുതിയാൽ എന്ത് മനസ്സിലാക്കും അത് ഇതാണെന്നുള്ളത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണെന്നുള്ളത് അങ്ങനെ അത് കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് അതായത് നമ്മൾ സാധാരണ നമ്മുടെ റിസർച്ച് ചെയ്യുമ്പം മൂന്നാമത്തെ ചാപ്റ്ററിൽ മെത്തഡോളജി എന്ന് പറഞ്ഞു വരും അതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ എന്തിനാണ് ഈ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ള ഒബ്ജക്റ്റീവ് കാണിക്കും ഞാൻ ഈ റിസർച്ച് ചെയ്യുന്നതിന് എനിക്കിപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ ലക്ഷ്യം ഉണ്ടാവും ഇപ്പൊ നേരത്തെ നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ടിരുന്നു റിസർച്ച് ചെയ്യുമ്പോൾ ഡിപ്രഷന് നമ്മളൊരു പുതിയ തെറാപ്പി കണ്ടുപിടിച്ചു അതെത്ര മാത്രം എഫക്റ്റീവ് ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു റിസർച്ച് ചെയ്തത് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു പുതിയ ടൈപ്പ് എന്തായിരുന്നു നമ്മൾ എഴുതിയിരുന്ന അന്നേരം ടൈപ്പ് എ റിസർച്ച് എത്രമാത്രം എഫക്റ്റീവ് ആണ് ഡിപ്രഷൻ പേഷ്യൻസിൽ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത് എഫക്റ്റീവ് ആയിരിക്കും ഈ എന്നിട്ട് ഞാൻ എന്താ ഞാൻ എന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ള വ്യക്തികളെ എനിക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആറു മാസം കൊണ്ട് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് എൻ്റെ ലക്ഷ്യം അതിനകത്ത് അതിന് ഞാൻ ഉപയോഗിക്കുന്ന തെറാപ്പി ടൈപ്പ് എ തെറാപ്പിയാണ് അപ്പൊ ഈ ടൈപ്പ് എ തെറാപ്പി കൊണ്ട് എനിക്ക് സിക്സ് മന്ത്സ് കൊണ്ട് മേജർ ഡിപ്രസീവ് ഉള്ള ആളെ എങ്ങോട്ട് കൊണ്ടുവരാം നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതാണ് എൻ്റെ എന്ത് ലക്ഷ്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു റിസർച്ച് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ തെറാപ്പി ഇത്രയും ആപ്ലിക്കബിൾ ആണ് എന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം അപ്പം അതിനാ അതിന്റെ കൂടെ എന്ത് വേണം ഹൈപ്പോത്തിസിസ് ഈ ലക്ഷ്യം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വേണ്ടത് അസംഷനാണ് ഹൈപ്പോത്തിസിസ് ഹൈപ്പോത്തിസിൽ അപ്പൊ എന്ത് വരും എനിക്ക് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസ് ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ ഹൈപ്പോത്തിസ് അല്ല കൊടുക്കുക ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസ് അപ്പൊ എച്ച് വൺ എന്നിട്ടിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെങ്കിൽ എച്ച് സീറോ ഇട്ടിട്ട് ഏതാണോ എഴുതുന്നത് അതിനനുസരിച്ച് എഴുതാം അപ്പൊ എഴുതുമ്പോ എന്തായിരിക്കും വരിക എനിക്ക് വേണമെങ്കിൽ എഴുതാം there is significant difference between major depressive disorders പേഴ്ഷ്യൻസ് and moderate depression patients significant difference ഉണ്ട് അവർ തമ്മിൽ എന്ത് കൊടുക്കുമ്പോൾ when when using therapy A അവൻ അവന്റെ വ്യത്യാസം വരുന്നു എന്ത് വ്യത്യാസമാണ് വരുന്നേ മോ അടുത്ത ഇതോട് പോവാണ് ആൾട്ടർനേറ്റീവില് then moderate depressive disorder can cure up to four months four month കൊണ്ടാവുന്നു അതേസമയത്ത് മറ്റവരുടേത് എത്രയാണ് സിക്സ് മന്ത്സ് കൊണ്ട് അപ്പൊ ഞാനൊരു ടെൻഡേറ്റീവ് അസംഷൻസ് വെക്കുകയാണ് അതില് എന്ത് വേണം സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഇവർ തമ്മിൽ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് കൊടുത്തിരിക്കുകയാണ് എങ്കിൽ അത് ഏതിൽ വരുന്നു എച്ച് വണ്ണിൽ വരുന്നു ദെൻ എച്ച് സീറോ ഇടുവാണ് there is no significant difference between major depressive disorder and moderate depressive disorder അപ്പൊ നൾ ഹൈപ്പോത്തിസ് നൾ ഹൈപ്പോത്തിസ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാം ദെൻ രണ്ടു പേർക്കും ഒരുപോലെ ഈ തെറാപ്പി ഉപയോഗിച്ചു അപ്പോഴും എന്താണ് നൾ ഹൈപ്പോത്തിസ് ആണ് വരുന്നത് അപ്പൊ അത് ആക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ ഇനി ആക്സെപ്റ്റോ റിജക്റ്റോ ആവുന്ന സമയത്ത് ട്വൈഡ് അങ്ങനെ ടൈപ്പ് വൺ എററോ ടൈപ്പ് ടു എററോ വരാൻ പാടില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ അപ്പൊ പവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നോ ആണോ എന്നുള്ളത് കേട്ടോ ഇനി രണ്ടാമത് level of significance is selected level of സിഗ്നിഫിക്കൻസിൽ ടൈപ്പ് വൺ എറർ വരുന്നുണ്ട് സിഗ്നിഫിക്കൻസ് നമ്മൾ നേരത്തെ പഠിച്ചു എന്തായിരുന്നു പഠിച്ചത് സീറോ ഫൈവ് മുതൽ സീറോ വൺ വരെയുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് അവിടെ സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട് ലെവൽ സിഗ്നിഫിക്കൻസ് ലെവൽ വരുന്നുണ്ട് എന്നുള്ളത് പഠിച്ചു അപ്പൊ ഇവിടെ എന്താ പറയുന്നത് mention under the type one error level of significance or alpha level is to be stated before you start with research process alpha എന്ന് പറയുന്നുണ്ട് വേടെ ടൈപ്പ് എററിന് ആൽഫ എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ ഒരു സിഗ്നി നമുക്കറിയാം ഏതൊരു റിസർച്ച് എടുത്താലും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആവണമെന്നില്ല എന്ന് അപ്പൊ എത്ര പെർസെന്റേജ് അവിടെ കൊടുത്തിട്ടുണ്ട് ഫൈവ് ടു വൺ പെർസെന്റേജ് അല്ലെങ്കിൽ zero five to zero one വരെ ഉള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് that means ninety five percentage correct ആവും എന്നുള്ളത് അതിനെയാണ് നമ്മൾ ലെവൽ ഓഫ് എന്തെന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കേട്ടോ അത് ഓർത്തിരിക്കണേ ഇനി മൂന്നാമത്തത് based on the parameter specified in the null hypothesis a suitable statistics is statistics is calculated sample ഏതാണോ റിസർച്ചർ എടുത്തിരിക്കുന്നത് അവർ ഡേറ്റ കളക്ട് ചെയ്യും ഡേറ്റ കളക്ട് ചെയ്ത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് estimation amount population parameters population പാരാമീറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസസ് കറക്റ്റ് ആയിട്ട് വരണം ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്ത് അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യണം the decision is made whether to accept or reject the null hypothesis null hypothesis അപ്പൊ നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്താൽ മാത്രമേ നമ്മളുടെ എന്തറിയാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഹൈപ്പോത്തിസിസ് നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റഡ് ആണോ അതോ അത് റിജക്റ്റഡ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ അതിന് പി വാല്യൂ എടുക്കുന്നുണ്ട് പ്രോബബിലിറ്റി ലെവൽ സെലക്ടഡ് സ്റ്റെപ്പ് ടൂവിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നുണ്ട് അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ നൽ ഹൈപ്പോത്തിസ് റിജക്റ്റ് ആയോ അക്സെപ്റ്റ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ parametric and non parametric statistics statistics parametric statistics ആദ്യത്തെ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഏതൊക്കെയാണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വന്നിട്ട് പ്രോഡക്റ്റ് പിയേഴ്സിന്റെ product moment correlation test T test ANOVA ഇതെല്ലാം പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് വരുന്നത് അത് ഈ പാരാമെട്രിക് എന്ന് പറയുമ്പോൾ തന്നെ mainly involves data that it is term of absolute number or in terms of values കറക്റ്റായിട്ട് നമ്പറും വാല്യൂസും ഒക്കെ തന്നിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് തോന്നുന്നു വൺ സീറോ ഫോറിൽ നേരത്തെ പാരാമീറ്റർ എന്താണെന്നും അതെ നോൺ പാരാമീറ്റർ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഉണ്ടായിരുന്നോ പാരാമീറ്ററിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് statistics used for the influence from a sample to a population that assume that variance of each group are similar and that the sample is large enough to represent the population. ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ അതിനാ സിമിലർ ആയിരിക്കും ഓരോട്ടോ group are similar and that sample is a large enough to represent the population ആ ഒരു സാമ്പിള് വലിയൊരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് എടുക്കുന്നത് ഇതിന് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ നമ്മൾ അത് ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കണേ തേർട്ടി ടൂല് നടുവിലായിട്ട് സാൽക്കൈൻഡ് ടൂ തൗസൻഡ് ഫോർട്ടീനില് പേജ് നമ്പർ ഫോർ സിക്സ് എയ്റ്റിൽ ആൾ കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡെഫിനേഷൻ ഉണ്ട് statistics used for the influences from a sample to a population വലിയ പോപ്പുലേഷൻ്റെ നമ്മൾ സാമ്പിൾ എടുക്കുകയാണ് assume the variance of each group are similar and that the sample is large enough to represent the population ഒരു വലിയ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ് എന്ത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിരിക്കുന്നത് എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് വൺ സീറോ ഫോറിൽ പഠിച്ചിരുന്നു നമ്മൾ കുറെ സാമ്പിൾ എടുക്കുന്ന മെത്തേഡുകൾ പഠിച്ചിരുന്നു നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തിരുന്നത് ഓരോ സാമ്പിൾ എടുക്കുമ്പോൾ ഓർക്കുന്നുണ്ടോ മക്കളെ വലിയൊരു മൂവായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ഉള്ളതിൽ നിന്ന് നമ്മൾ അതിൽ നിന്നൊരു എത്ര എടുക്കുന്നു അതിലൊരു മൂന്നിലൊന്ന് എടുക്കുന്നു അങ്ങനെ അങ്ങനെ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കോട്ട സാമ്പിളിങ് സാമ്പിളിങ് എടുക്കുന്ന ഓർക്കുന്നുണ്ടോ സാമ്പിളിങ് ടെക്നിക്സ് നമ്മൾ കൺവീനിയൻസ് അല്ലെ ആൾട്ടർനേറ്റീവ് സാമ്പിളിംഗ് പറഞ്ഞിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിയാണ് മക്കളെ പണ്ട് പഠിച്ചതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ അങ്ങനെ നമ്മളൊരു വലിയ ഗ്രൂപ്പിന്റെ സാമ്പിൾ എടുക്കുകയാണ് എങ്ങനെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയാം യെസ് കൊറോണ തന്നെ എടുക്കാമല്ലോ നമ്മളിൽ എത്ര എത്ര മാത്രം പേഴ്സൻറ്റേജ് ആൾക്കാരിലുണ്ട് എന്ന് നോക്കുന്നു വലിയൊരു ഗ്രൂപ്പിന്റെ അല്ലേ എടുക്കുന്നത് കേരളത്തിൽ ഇത്ര പേർക്ക് വന്നു എത്രയോ ലക്ഷങ്ങളിൽ നിന്നാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ അത്രയുണ്ട് നമ്മുടെ പോപ്പുലേഷൻ അതിൽ നിന്നാണ് പറയുന്നത് ഇപ്പൊ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ എത്രയോ പേരുണ്ട് ഞാൻ പാലക്കാട് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഇത്ര ഇത്ര ശതമാനം ആൾക്കാർക്ക് ഇത് ഉണ്ട് എന്ന് പറയാൻ ആ സാമ്പിൾ അറിയുന്നതുകൊണ്ടാണല്ലോ പറയുന്നത് അപ്പോൾ ഓരോന്നിലും ഏത് രീതിയിലുള്ള സാമ്പിളാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഇപ്പം ടീച്ചേഴ്സിന്റെ സാമ്പിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ക്ലസ്റ്റർ സാമ്പിളിംഗ് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഇപ്പൊ ഓർക്കുന്നുണ്ടല്ലേ ഇതിങ്ങനെ പറഞ്ഞെടുത്താലേ ഓർക്കുള്ളൂ മാത്രം അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ വലിയൊരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒക്കെ നമ്മൾ അതിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് അപ്പൊ അതൊരു വലിയ പോപ്പുലേഷനെയാണ് അവിടെ കാണിക്കുന്നത് അതിൽ നിന്നൊരു കുറച്ച് പേര് എടുത്തിട്ടുണ്ട് ഇപ്പം കേരളത്തിലെ മുഴുവൻ ഗൈനക്കോളജിസ്റ്റിന്റെ എടുക്കുകയാണ് അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിൽ നിന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എടുക്കുകയാണ് എല്ലാരെയും എടുക്കാൻ പറ്റിയല്ല എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും നമ്മളൊരു മൂന്ന് മൂന്ന് പേരെ വെച്ചെടുത്തു റെപ്രസെന്റ് ചെയ്ത് അപ്പൊ തന്നെ ആയി പതിനാല് മൂന്ന് എത്രയായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പൊ ആ രീതിയിൽ നമ്മളൊരു വലിയ പോപ്പുലേഷനെ എടുത്താണ് ഒത്തിരിയോ ആൾക്കാരുണ്ടായിരുന്നു ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ കുറെ അധികം രണ്ടായിരം പേരുണ്ടെന്ന് വിചാരിക്കുക അതിൽ നമ്മൾ മൂന്ന് പേരെ വെച്ചാണ് എടുത്തത് അപ്പൊ അവരാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ അത്രയും വലിയൊരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കേട്ടോ അതിന്റെ ഡെഫിനേഷൻ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് then next non parametric statistics അതിന് ഡെഫിനേഷൻ ഉണ്ടോ നോക്കി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവേ described non parametric uh, statistics as distribution free statistics that do not, do not require the same assumption do as to parametric statistics ഇവിടെ വലിയൊരു അത് പറയുന്നില്ല കേട്ടോ പർട്ടിക്കുലർ ആയിട്ടുള്ള എന്താ പറയുന്നേ പോപ്പുലേഷനെ പറയുന്നില്ല കിട്ടിയോ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിന് അത് applied no information is available about the population ആ ഒരു പോപ്പുലേഷന്റെ അളവ് പറയുന്നില്ല അല്ലാതെയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ പോപ്പുലേഷനെ പറഞ്ഞിട്ടുണ്ട് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളോട് എന്താണ് പർട്ടിക്കുലർ പോപ്പുലേഷനെ പറയുന്നില്ല ഓക്കെ ഇനി നോക്കാം പർട്ടിക്കുലർ പോപ്പുലേഷനെ പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം എന്താ വരുന്നതെന്നുള്ളത് എന്നിട്ട് അത് അതിന്റെ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഓരോന്നിനും കാറ്റഗറിയിൽ പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി നോക്കിക്കോളൂ അത് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങളും ഞങ്ങളും റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാരാമെട്രിക് ആണ് എടുക്കുന്നത് നമുക്ക് സാമ്പിളും കറക്റ്റ് പോപ്പുലേഷനും കാണിച്ചിരിക്കണം റെപ്രസെന്റ് ചെയ്തത് ഏതാണെന്ന് മറ്റേ നോൺ പാരാമെട്രിക്കിലാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറയണില്ല ഓക്കെ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതായിരിക്കും പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ Pearson's product moment coefficient correlation small ആറിലാണ് അത് കാണിച്ചിരിക്കുന്നത് ദെൻ അത് കോറിലേഷനിലെ then two group independent measures ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ആണ് ടു ഗ്രൂപ്പിൽ രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ then more than two groups independent measures രണ്ടിൽ രണ്ടിനേക്കാൾ കൂടുതലുണ്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വൺ വേ അനോവേ എഴുതും രണ്ട് ഗ്രൂപ്പേ ഉള്ളെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം പ്രീ ടെസ്റ്റിൽ നിർത്താം അനോവയുടെ ആവശ്യമില്ല then two group repeated measures ആണെങ്കിൽ ദെൻ ടി ടെസ്റ്റ് ചെയ്യും രണ്ട് രീതിയിൽ ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് then more than two groups repeated measures ആണെങ്കിൽ one way repeated measures ANOVA എടുക്കും വൺ വേയുടെ റിപ്പീറ്റഡ് ആയിട്ട് അനോവ എടുക്കുന്നു അപ്പൊ ഇതാണ് നമ്മൾ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയെങ്കിലും പഠിച്ചു വെക്കണേ കാരണം പിന്നീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതാണോ വേണ്ടത് ഇതാണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ റിസർച്ച് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നുണ്ടാവും ദെൻ അടുത്തത് ഉണ്ടോ യെസ് മാം ഒരു ആറ് ക്രെഡിറ്റിന്റെ ഒരു ഡിസർട്ടേഷൻ ഉണ്ടല്ലേ യെസ് മാം നിങ്ങൾക്കുണ്ടാവും ഈ പേപ്പർ ഇങ്ങനെ തന്നതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ലെവലിലെ റിസർച്ചും പിന്നെ സ്റ്റാ ഇതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്താണ് പ്രാക്ടിക്കൽസ് ഇനി നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഒന്നുമില്ല നമുക്ക് നമ്മളിപ്പോൾ പർട്ടിക്കുലർ ഏരിയയിലൊക്കെ ചെയ്യും ഏരിയ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണ് അവിടെ ഒരു പർട്ടിക്കുലർ അല്ല അവിടെ ചിലപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടാവും ഡോക്ടേഴ്സ് ഉണ്ടാവും ഫാർമേഴ്സ് ഉണ്ടാവും അങ്ങനെ എല്ലാ രീതിയിലുള്ളവരുണ്ടാവും അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് സ്പിയർമാൻസ് റാങ്ക് കോഫിഷ്യന്റ് കോറിലേഷൻ ആണ് എടുത്തിരിക്കുന്നത് അറച്ചോ എന്നാണ് പറയുന്നത് കേട്ടോ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണ് നമുക്ക് കോഫിഷ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ആർ എച്ച് ഒ എന്നാണ് പേരില് അതിലിടുന്നത് കേട്ടോ Okay. Then മാൻ with me you test. ഇങ്ങനെ തന്നെ പഠിക്കണേ Mann with me you test. ഇതും നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിലാണ് അടുത്തത് റൂക്കൽ വാല്യൂസ് വൺ വേ അനോവ നമ്മൾ നേരത്തെ വൺ വേ അനോവ പഠിച്ചു പക്ഷെ അവിടെ പേരില്ലായിരുന്നു ഇവിടെ Kruskal values one way ANOVA എന്നുള്ള പേരുണ്ട് അപ്പോൾ അത് അതെവിടെയാണ് ചെയ്യുന്നത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് ഉപയോഗിക്കുന്നത് then will matched pair signed rank test ഇതൊക്കെ ഏതിനാ ഉപയോഗിക്കുന്നതെന്നും കൂടി പഠിക്കണേ ഒന്നുകൂടി നോക്കാവേ നമ്മൾ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കോറിലേഷൻ ചെയ്യാനാണെങ്കിൽ സ്പിയർമാൻസ് റാങ്ക് കോയഫിഷ്യന്റ് ആണ് ഇപ്പോഴത്തെ നമ്മൾ പിയേഴ്സന്റ് ഉപയോഗിച്ചെങ്കിൽ നോൺ പാരാമെട്രിക്കിൽ വന്നപ്പോൾ സ്പിയർമാന്റെ വന്നു അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ടു ഗ്രൂപ്പ് ഇൻഡിപെൻഡന്റ് രണ്ടേ രണ്ട് ഗ്രൂപ്പ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ആണ് ചെയ്തത് ഇപ്പുറത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു മാൻ വിത്നി യു ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതെ നോക്കിക്കോളൂ അടുത്തത് ടേബിളിലെ ഈ ടേബിളൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും കേട്ടോ മോ നിങ്ങൾ പിന്നെ ചെറുപ്പല്ലേ പഠിച്ചാൽ തലയിൽ കയറും more than two groups independent measures ആണെങ്കിൽ പാരാമെട്രിക്കിൽ വൺ വേ അനോവ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ നോൺ പാരാമെട്രിക്കില് ആരുടെയാണ് ക്രോസിക്കൽ വാല്യൂസ് വൺ വേ അനോവയാണ് ഉപയോഗിക്കുന്നത് രണ്ടും തമ്മിൽ ഡിഫറെന്റ് ഉണ്ട് കേട്ടോ ഒരുപോലെയല്ല next two group repeated measures ആണ് വരുന്നതെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തേതിനകത്ത് പാരാമെട്രിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അതിന് നമുക്ക് സാമ്പിൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെയ്ഡ് ടി ടെസ്റ്റ് ആണ് സാമ്പിൾ ഇല്ലാത്തതിലാണെങ്കിൽ Wilcoxon matched pair sign rank test ആണ് ഉപയോഗിക്കേണ്ടത് okay then more than two groups repeated measures എടുക്കാം ആദ്യം ഒരു ആറ് മാസത്തിനുള്ളിൽ എടുത്തു പിന്നെ ആറ് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എടുക്കേണ്ടി വന്നെങ്കിൽ അവിടെ നമ്മൾ നമുക്ക് ഒറിജിനൽ സാമ്പിൾ ഉണ്ടെങ്കിൽ one way repeated measures ANOVA എടുക്കാം നമുക്ക് വൺ വേ അനോവ തന്നെ എടുക്കാം ഇപ്പോഴത്തേതാണ് വരുന്നത് Friedman's two way analysis of variance അത് പർട്ടിക്കുലർ ഗ്രൂപ്പ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ടു വേ അനോവ എടുക്കുന്നു അപ്പം നിങ്ങൾ നോൺ പാരാമെട്രിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റഡീസിന് എടുക്കാറില്ല നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ഏതാ എടുക്കുന്നത് പാരാമെട്രിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് assumptions of parametric and non parametric statistics number thirty four എന്തിനാ ചെയ്യുന്നതെന്ന് അറിയാവോ നൾ ഹൈപ്പോത്തിസിസ് വാല്യൂഡ് ആണോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുകൂടി പറയാം assumptions of parametric null hypothesis valued ആണോ സിഗ്നിഫിക്കന്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നടന്നു അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഈ പാരാമെട്രിക്കിന് നമ്മൾ പറയുന്നതാണ് അപ്പൊ നമ്മൾ എന്താ നോക്കുന്നത് നോക്കുള്ളൂ അതിലെ അസംഷൻസ് പറഞ്ഞിരിക്കുന്നത് The population from which the research sample is taken is to be normally distributed. Normally distributed എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പേജ് നമ്പർ എത്രയാണ് പറയുന്നത് പേജ് നമ്പർ ട്വന്റി ത്രീയില് ഒരു പറഞ്ഞില്ലേ ബെല്ല് പോലെ അങ്ങനെ കണ്ടു എന്ന് ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ആയിട്ടുള്ള എന്തോ പിള്ളേര് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് നാലെന്ന് അഞ്ച് ഓക്കെ പത്ത് പേരുണ്ടായിരുന്നു അഞ്ച് പേരായി <laughs> പേജ് നമ്പർ ട്വന്റി ത്രീയില് നോർമലി ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്നുണ്ട് അത് ട്വന്റി ത്രീയിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ നോർമലി ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതായത് ബെൽ ഷേപ്ഡ് ആയിട്ടുള്ളത് അതായത് സെന്ററിലാണ് കൂടുതലും പോപ്പുലേഷൻ നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത് മനസ്സിലായോ ബെൽ ഷേപ്ഡ് ആയിരിക്കും അപ്പൊ ആ ബെല്ലിന്റെ സൈഡിലല്ലല്ലോ ഉള്ളത് ഉള്ളിലാണ് ഉള്ളത് ആ നമ്മുടെ സാമ്പിൾ പോപ്പുലേഷൻ മുഴുവൻ അതിനുള്ളിൽ വരുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് no the population from research sample taken is to be normally distributed എന്ന് പറയുന്നത് കിട്ടിയോ പേജ് നമ്പർ ട്വന്റി ത്രീയിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നത് അതിന്റെ നടുഭാഗത്താണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വന്നിരിക്കുന്നത് ആണോ അതിനെയാണ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അതായത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു ബെൽ ഷേപ്ഡ് അല്ലെങ്കിൽ സെൻട്രലായിട്ട് വരുന്നു അതിന് ഇന്റേണൽ അതിന്റെ റേഷ്യോ മെഷർമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു കാരണം അത് സെൻട്രലായിട്ട് നിൽക്കുകയാണ് ബാക്കി എത്രയാണ് സൈഡിലുള്ളത് ഒന്നുകിൽ ടു ടൈൽഡ് അല്ലെങ്കിൽ വൺ ടൈൽഡ് ആയിട്ട് സൈഡിലുണ്ട് അവ നടുക്ക് നിൽക്കുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് ഇനി അടുത്തത് the variable are measured in terms of interval അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സീറോ വൺ ഫോറിൽ പഠിച്ചിരുന്നു നോമിനൽ സ്കെയിൽ പഠിച്ചിരുന്നു ordinal scale interval scale ratio scale പഠിച്ചിരുന്നു ഇവിടെ നമ്മൾ പാരാമെട്രിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് റേഷ്യോ സ്കെയിലും ഇന്റർവെൽ സ്കെയിലുമാണ് ഓർക്കുന്നുണ്ടോ interval scale zero five zero മുതൽ ഫൈവ് വരെ സിക്സ് ടു ടെൻ അങ്ങനെയുള്ള ഇന്റർവെല് പിന്നെ റേഷ്യോ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു വൺ സീറോ ഫോറിൽ നമ്മൾ പഠിച്ചതാണ് അപ്പം ഇത് രണ്ടുമാണ് പാരാമെട്രിക് പിന്നെ അടുത്തത് ഇത് observations need to be independent of each other ഓരോന്നിനെയും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം നമ്മുടെ കയ്യിൽ ഗ്രൂപ്പ് ആണെങ്കിലും സാമ്പിൾ ആണെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓരോന്നിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്നിനെയും നിരീക്ഷിക്കണം എന്നുള്ളതാണ് എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനാ പാരാമെട്രിക്കില് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പാരാമെട്രിക്കിൽ നമ്മുടെ കയ്യിൽ ഒരു സാമ്പിൾ തന്നാൽ ഇപ്പം അമ്പത് അമ്പത് വെച്ച് നൂറ് സാമ്പിള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓരോന്നിനും നമ്മൾ ഓരോന്നിനെയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് കണ്ടിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിപ്രഷൻ നോക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മൾ ഡിപ്രഷൻ സ്കെയിൽ കൊടുത്തു എന്നിട്ടാണ് നമ്മൾ അവരുടെ റേഞ്ച് അറിഞ്ഞത് അപ്പോൾ ഇൻഡിവിജ്വലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ വ്യക്തികളെയും നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നു okay Then the population from which the research sample is taken need to display a variance that is homogeneous ഏതാണോ നമ്മൾ എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് പോപ്പുലേഷൻ ഗ്രൂപ്പ് റിസർച്ചിന് എടുത്തിരിക്കുന്നത് അതിനകത്ത് എങ്ങനെയുള്ളതാണ് ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മളോട് എടുക്കുമ്പം ഏതൊരു സാമ്പിൾ എടുത്താലും അത് ഇപ്പൊ എടുക്കാൻ പറഞ്ഞിരുന്ന ഏതായിരുന്നു ഡിപ്രഷൻ ഉള്ളവരെ അപ്പൊ ആ ഡിപ്രഷൻ ഉള്ളവരുടെ മാത്രമായിട്ടുള്ളതാണ് അതെടുക്കുമ്പോഴും എന്ത് നോക്കും നമ്മൾ ഏജ് ഗ്രൂപ്പ് നോക്കും വേണമെങ്കിൽ thirty five to forty five ഏതാണ് ഏർലി മിഡിൽ ഏജിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ അഡോളസെൻസ് ലേറ്റ് അഡോളസെൻസ് അപ്പോൾ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പിനെ എടുത്തിട്ട് വേണം സ്റ്റഡി നടത്താൻ ഏതിൽ പാരാമീറ്റർ പാരാമെട്രിക് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിന് ഇത്രയും അസംഷൻസ് ഉണ്ട് അതായത് അതൊരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്ന് വേണം എടുക്കാൻ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇന്റർവൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ ഉപയോഗിച്ച് വേണം ചെയ്യാൻ ദെൻ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കണം അടുത്തത് ആ സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്യണം ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ എടുക്കാൻ പാടുള്ളൂ ഓക്കെ ഞാനത് ഉപയോഗിക്കേണ്ടത് നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ assumptions on non-parametric statistics. The other, there is no assumption of normally of the data. ആ നേരത്തെ അവിടെ പറഞ്ഞിരുന്നു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡിനെ എടുക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഏത് നോൺ പാരാമെട്രിക്കിൽ നമുക്ക് ഏത് വേണേലും എടുക്കാം അതായത് null hypothesis is free from parametrics എന്ന് പറയും കൊടുക്കുന്നുണ്ടാവേ ഇനി the variable are measured in terms of nominal or ordinal scales നേരത്തെ പാരാമെട്രിക്കിൽ നമ്മൾ ഉപയോഗിച്ച സ്കെയില് ഇന്റർവൽ സ്കെയിലും റേഷ്യോ സ്കെയിലുമായിരുന്നു ഇവിടെ നമ്മൾ നോമിനൽ സ്കെയിലും നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ പേര് സ്ഥലം അങ്ങനെയുള്ളതൊക്കെ വരുന്നതാണ് നോമിനൽ സ്കെയിൽ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അവിടെ ഒരു ക്വാണ്ടിറ്റി ഇല്ല ഇപ്പൊ ഫുട്ബോൾ ടീമിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നമ്പർ എടുത്താല് അവർക്ക് എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കും സെപ്പറേറ്റ് ക്വാണ്ടിറ്റി ഒന്നും അവിടെ ഇല്ല ആ നമ്പറിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളുമില്ല അവിടെ ഇന്ന നമ്പർ ഒരാൾക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓർഡറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നമ്പർ കൊടുത്തത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നോൺ പാരാമെട്രിക്കില് variables measured in terms of നോമില് നോമിനില് അതായത് പേര് സ്ഥലം അങ്ങനെയുള്ള ഡേറ്റയോ അല്ലെങ്കിൽ ഓർഡിനറി ഒരു ഓർഡർ കൊടുത്തിട്ടുള്ള ഡേറ്റയോ വെച്ചിട്ടായിരിക്കും നോൺ പാരാമെട്രിക്കിൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് the observations need to be independent of each other observation need not be ആവശ്യമില്ല ഓരോരുത്തരെയും കൃത്യമായിട്ട് നോക്കാനും പഠിക്കാനും ഒന്നും പോകേണ്ട ആവശ്യങ്ങൾ നോൺ പാരാമെട്രിക്കിൽ ഇല്ല പിന്നെ the population from with the research sample is taken from need not display homogeneous variance heterogeneous ആയിട്ടുള്ള ഗ്രൂപ്പിനെ എടുക്കാമെന്ന് ചുരുക്കാം അപ്പൊ അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അത് നോക്കേണ്ട ആവശ്യമില്ല ഏത് ഗ്രൂപ്പ് വേണേലും എടുക്കാം എന്നുള്ളതാണ് ഇനി അടുത്ത ഹെഡിങ്ങോടെ പോർഷൻ തീർക്കാം നമുക്ക് പേജ് നമ്പർ തേർട്ടി സെവനിലെ application and uses of parametric and non parametric statistics എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിരുന്നു നേരത്തെ തന്നെ എങ്ങനെയെന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത് സോറി പാരാമെട്രിക് ആണെങ്കിൽ നമ്മളോട് യൂസ് ചെയ്യാൻ പറഞ്ഞത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അതേ സമയത്ത് നോൺ പാരാമെട്രിക് ആണെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് അറിയാവോ ഒന്നുകിൽ അത് റൈറ്റ് സൈഡിലേക്ക് മാത്രമായിരിക്കും നേരത്തെ ബെൽ ഷേപ്പിലാണെങ്കിൽ ഇപ്പം നോൺ ആണെങ്കിൽ ബെല്ലിന്റെ പകുതി ഭാഗം അതായത് റൈറ്റ് സൈഡിലേക്കുള്ളതോ ലെഫ്റ്റ് സൈഡിലേക്കുള്ള നടുവേ നമ്മൾ ആ ബെല്ലിനെ അങ്ങ് മുറിച്ചാൽ അത് എങ്ങനെ ഇരിക്കും പേജ് നമ്പർ ട്വന്റി ത്രീയിലുണ്ട് ആ ഒരു അത് കൊടുത്തിട്ടുണ്ട് കർവ് കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ നടുക്ക് വെച്ച് മുറിച്ച് രണ്ടാക്കി അപ്പൊ നമുക്ക് എന്ത് കിട്ടി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കിട്ടി അതിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവും ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓക്കെ ഇനി പിന്നെ ഇത് ഇതിനൊരു ഇതുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഇത് നമ്മളിതിനെ രണ്ടിനെയും കൂടി വന്നിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് not so powerful when compared to parametric test parametric ടെസ്റ്റിന്റെ അത്രയും എന്താണ് പവർഫുൾ അല്ല നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ അതായത് പാരാമെട്രിക് സ്ട്രെസ് പവർഫുൾ ആണ് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതേ സമയത്ത് ഇവിടെ ഇത് കറക്റ്റായിട്ട് വരുന്നില്ല കറക്റ്റായിട്ട് വരാത്തതിന്റെ കാരണം ഇത് ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആയിരിക്കും ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഒന്നുകിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പോകും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഏകദേശം രണ്ട് എന്താ പറയാ യൂണിറ്റ് എടുത്തു നോക്കിക്കാൻ നിങ്ങൾ രണ്ട് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇനി ഇനിയുള്ളത് ചെയ്യാനുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് നോക്കി പോക്കോളൂ പേജ് നമ്പർ ഫിഫ്റ്റി ടൂയിൽ കണ്ടോ ചെയ്യാനെണ്ണമുണ്ട് ഫിഫ്റ്റി ടൂവിലുണ്ട് ഫിഫ്റ്റി ഫോറിലുണ്ട് ഫിഫ്റ്റി ഫൈവില് രണ്ട് ശത്രുവും ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു അപ്പൊ പേപ്പറും ഒക്കെ ആയിട്ട് വന്നു ഇത്രയും നേരം പറഞ്ഞത് ഇത് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാലും അടുത്തതിനകത്ത് ഇതിനകത്തൊരു ഡിഫറൻസ് കൂടെ ഉണ്ട് പറയാൻ കേട്ടോ പറഞ്ഞില്ല അതുകൂടെ പറയാവേ Prithviraj channel page number thirty എയ്റ്റില് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് അതുകൂടി നോക്കിക്കോളുവേ തേർട്ടി എയ്റ്റിലെ ഡിഫറൻസ് പേജ് നമ്പർ തേർട്ടി എയ്റ്റില് പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കും മറ്റേത് എങ്ങനെയായിരിക്കും അസിമിൽ distribution is not normal normal ആയിരിക്കില്ല വേരിയൻസ് ഹോമോജീനിയസ് ആയിരിക്കും ഇവിടെ വേരിയൻസ് ഹൈഡ്രോജീനിയസ് ആയിരിക്കുവേ പാരാമെട്രിക് നോൺ പാരാമെട്രിക്കിലെ നമുക്ക് നോക്കാം then observation need to independent ഓരോന്നിനെ ഒബ്സർവ് ചെയ്യണം പാരാമെട്രിക്കില് അതേസമയത്ത് ഇവിടെ നോൺ പാരാമെട്രിക്കിൽ ഓരോന്നിനെ ചെയ്യേണ്ട ആവശ്യമില്ല then mean is the measure of center tendency that is used here mean കണ്ട് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ പാരാമെട്രിക്കിൽ മീൻ കാണണം സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ മീൻ കാണണം പക്ഷെ ഇപ്പുറത്തേനകത്ത് എന്താ മീഡിയൻ കണ്ടാൽ മതി മീൻ വാല്യൂഡ് ആണ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ ഉപയോഗിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം മീൻ കണ്ടെത്തിയിരിക്കണം ഇപ്പുറത്ത് നോൺ പാരാമെട്രിക്കിൽ മീഡിയൻ മതി ദെൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാരാമെട്രിക്കിൽ ഉപയോഗിക്കുമ്പോൾ അത് കോംപ്ലക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യണം കമ്പയർഡ് ചെയ്യണം എല്ലാ ടെക്നിക്കുകളും യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് പാരാമെട്രിക്കിൽ ചെയ്യാൻ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി എസ്റ്റിമേറ്റ് കൊടുത്താൽ മതി ഇത്ര മാത്രം എന്ന് പറഞ്ഞ് can get affected by outliers ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പോപ്പുലേഷന്റെ ആണ് പറയുന്നത് അതായത് ഒരു സാമ്പിൾ പോപ്പുലേഷൻ എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഫുൾ പോപ്പുലേഷനില് ബാക്കി നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആ ഫുൾ പോപ്പുലേഷന് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ റിസൾട്ട് കൊടുക്കുമ്പം അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കണം ഏതിൽ വരേണ്ടത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരേണ്ടത് അതായത് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോഴേ അപ്പം നിങ്ങൾ എങ്ങനെ കൊടുക്കണം വളരെ ആപ്റ്റ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കണം അതായത് സമയത്ത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ അത് മറ്റാരെയും ബാധിക്കുന്നില്ല ഒരു വലിയ പോപ്പുലേഷനെയോ അല്ലെങ്കിൽ ഒന്നിനെയും ബാധിക്കുന്നില്ല ഇത് നമ്മൾ കൊടുക്കുന്ന ഈ സാമ്പിളിൽ നമ്മൾ പറയാണ് ഡോക്ടേഴ്സിന്റെ എടുത്തിട്ട് എത്ര പെർസെൻറ്റേജ് ഡോക്ടേഴ്സ് ഇങ്ങനെയാണ് എന്ന് നമ്മളൊരു സാമ്പിൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ റിസൾട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ റിസൾട്ട് എന്തായിരിക്കണം വളരെ ആപ്റ്റ് ആയിരിക്കണം കാരണം അത് ഒരാളെ ബാധിക്കുന്നതല്ല ഒരു ഫുൾ കാറ്റഗറിയെ ബാധിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഫുൾ പോപ്പുലേഷനെ ബാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കണം വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കൊടുക്കേണ്ടത് ഓക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ അത് ഇന്നും നാളെയുമായിട്ട് തന്നെ എടുക്കുന്നത് വായിച്ച് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലും സ്റ്റാറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അതായിരിക്കും എക്സാമിന് വരുന്നത് സ്റ്റാറ്റി ആയിരിക്കും വരുന്നത് എക്സാമിന് ഈ പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടി ഇവിടെ വരുന്നത് സ്റ്റാൻഡേർഡ് എററിലും നൽ ഹൈപ്പോസിസിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഒക്കെ എറേഴ്സ് ഇൻ ടെസ്റ്റിങ് ഇതൊക്കെ ഞാൻ കുറച്ചൊന്ന് ബാക്കിൽ പറഞ്ഞു തന്നതാണേ അത് ടൈപ്പ് വൺ എററും ടൈപ്പ് ടു എററും ഒക്കെ നിങ്ങൾക്ക് അറിയാം നമുക്ക് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഉച്ച കഴിഞ്ഞ് കേട്ടോ ഓക്കെ ആണോ ഓക്കെ അപ്പൊ പേജും പെൻസിലും ഒക്കെ ആയിട്ട് വരിക ബുക്കിൽ ഇല്ലാത്തത് തന്നാലും ചെയ്യാൻ റെഡി ആയിട്ട് വരണേ Okay, thank you. <laughs> okay. Okay, bye-bye.